അപ്പോൾ എന്താ ഞാൻ പറയുന്നത് ഇത് നീഡി തന്നെ ഒരു ഇമ്മീഡിയറ്റ് റിലീഫാണ് ഇറ്റ് ഈസ് നോട്ട് മാൻഡറ്ററി കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ ഒരാൾക്കും കോടതിയിൽ പോകാൻ പറ്റില്ല കമ്പേഷൻ ഗ്രൗണ്ട് ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പൊ അതാണ് അപ്പൊ ഇവിടെ കമ്പേഷൻ ഗ്രൗണ്ട് പ്രതീക്ഷ നോ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് ഉണ്ട് വേഗം ശ്രദ്ധയോട് കൂടി കേൾക്കുക ബെനിഫിറ്റ് ആണ് ഓരോ കമ്പനിയുടെ വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് ഇഞ്ചുവേർഡായി വിചാരിക്കുക ഒരു വിരൽ പോയി ഒരു കൈ പോയി ഒരു പടം ഇത് പോയി അങ്ങനെയൊക്കെ സംഭവിക്കും മിഷീൻ്റെ ഇടയിൽ കൈയൊക്കെ പോയിട്ട് workman compensation act nineteen twenty three okay nineteen twenty three act to provide for the payment of certain classes to the workman of compensation ഒരു ഇഞ്ചുറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വർക്ക്മാൻ അവർക്ക് പൈസ കൊടുക്കുന്നതാണ് വർക്ക്മാൻ കോമ്പൻസേഷൻ പക്ഷെ ശ്രദ്ധിക്കണോ ഞാൻ പറയുന്നത് ഇതൊന്നും ബുക്കിലില്ല അതായത് വേറെ it is expedient to provide for the payment certain classes of employees their workman compensation അതായത് ഇഞ്ചുറി എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ ഇഞ്ചുറിക്ക് ഇതുണ്ട് കേട്ടോ ഈ വിരല് അഞ്ച് വിരല് എല്ലാ നിങ്ങൾ വിചാരിക്കും എല്ലാ വിരലും ഒരേ ഒന്നും അല്ല ഈ വിരല് പോയാൽ കൂടുതൽ കോമ്പൻസേഷൻ ആണ് തള്ളവിരല് ഈ വിരൽ പോയാൽ കൂടുതലാണ് അപ്പോ നിങ്ങളുടെ ഇഞ്ചുറി അനുസരിച്ചിട്ടായിരിക്കും കോമ്പൻസേഷൻ കൈ പോയി അല്ലെങ്കിൽ വിരൽ പോയി അപ്പൊ ഈ വിരൽ തന്നെ കാറ്റഗറൈസേഷൻ ഉണ്ട് ഇതില്ലെങ്കിൽ ഒന്നും ജോലി ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള അതുണ്ട് അപ്പോ ഇതൊക്കെ നോക്കും അപ്പൊ ഇത് ആരാണ് ഡിസൈഡ് ചെയ്യുന്നത് വർക്ക്മെൻ കോമ്പൻസേഷൻ കമ്മീഷണർ ഉണ്ട് പിന്നെ ആർക്കെങ്കിലും അങ്ങനെ ഇഞ്ചുറി വന്നിട്ടുണ്ടെങ്കിൽ company cannot pay directly to the individual company has to give the money to uh, the workman compensation commissioner and the labor commissioner അയാളാണ് അത് കൊടുക്കാൻ അല്ലാതെ അയാളുടെ നിയമപ്രകാരം നോക്കിയിട്ടാണ് എല്ലാം കൊടുക്കുക അല്ലാണ്ട് നമ്മൾ ചുമ്മാ എന്നാ പിടിച്ചോ അല്ല ഒരു പതിനായിരം അതൊന്നും പറ്റില്ല നിയമപ്രകാരം കൊടുക്കണം അത് എൻഷുർ ചെയ്യുന്നത് ലേബർ കമ്മീഷണറാണ് മനസ്സിലായി വർക്ക്മെൻ കോമ്പൻസേഷൻ കമ്മീഷണറാണ് ഇത് നിയമപ്രകാരം ചെയ്യേണ്ടത് പിന്നെ അപ്പൊ ഇനി അടുത്തത് പക്ഷേ റെഗുലർ എംപ്ലോയീസിന് മാത്രമേ ഉള്ളൂ വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് പ്രകാരം ഇഞ്ചുറിക്ക് നിങ്ങൾക്ക് റിലീഫ് കിട്ടൂ ടെമ്പററി വർക്കർ അതായത് casual worker is not entitled for this casual worker ഇതിന് എൻറ്റൈറ്റിൽഡ് അല്ല ഇതാണ് ഇനി അടുത്തൊരു ബെനിഫിറ്റ് നോക്കിക്കോളൂ ഗ്യാരണ്ടീഡ് വേജ് പ്ലാൻ എല്ലാവരും കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ഉണ്ട് ഓക്കെ ഇനി അടുത്തത് guaranteed guaranteed wage plan guaranteed wage plan അതായത് by which an employer ensures a minimum annual amount of employment for wages or both to employee who have been with the employer for a require അതായത് കുറച്ചു കാലം ജോലി ചെയ്ത ആൾക്ക് ഒരു സാലറി ഒരു മിനിമം കോമ്പൻസേഷൻ ഗ്യാരണ്ടി ചെയ്യുന്ന കോമ്പൻസേഷൻ അവർക്ക് കൊടുക്കുന്നതാണ് ഇത് അതായത് ചിലവർക്ക് എന്താണെന്ന് പറയുക കമ്പനി ചിലപ്പോൾ ഓടാതെ വരും അങ്ങനെയൊക്കെ വരും പക്ഷേ എംപ്ലോയി കുറെ കാലമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കുക അപ്പൊ അവർക്ക് ഒരു മാ കൊല്ലത്തിലോ അല്ലെങ്കിൽ മാസത്തിലോ ഒരു ഇത്ര പൈസ എന്ന് പറഞ്ഞിട്ട് കമ്പനി തീരുമാനിക്കുക അതാണത് മിനിമം ഗ്യാരണ്ടി ഇനി അടുത്തത് വർക്ക്മാൻ കോമ്പൻസേഷൻ പറഞ്ഞു under employment sorry unemployment compensation നിങ്ങൾക്ക് അറിയാലോ അൺഎംപ്ലോ ജോലി ഇല്ലാണ്ട് ജോലി ഇല്ല എങ്കിൽ അത് എന്താ അൺഎംപ്ലോയ്മെന്റ് കോമ്പൻസേഷൻ ചിലപ്പോൾ ലേ ഓഫ് ചെയ്ത് വിചാരിക്കുക കമ്പനി റോ മെറ്റീരിയൽ വന്നില്ല അതേമാതിരി ഇലക്ട്രിസിറ്റി പ്രോബ്ലം അങ്ങനെയൊക്കെ ആകുമ്പോൾ ചില സമയത്ത് ലേ ഓഫ് ചെയ്യേണ്ടി വരും അപ്പൊ എങ്കിൽ ആ സമയത്ത് കുറച്ച് ഫിഫ്റ്റി പെർസെന്റ് അങ്ങനെയൊക്കെ കൊടുക്കും എംപ്ലോയീസിന് ബെനിഫിറ്റ് കൊടുക്കും കാരണം അതല്ലെങ്കിൽ അവര് ഇത് വിടില്ലോ അച്ഛാ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഈ അൺഎംപ്ലോയ്മെന്റ് കോമ്പൻസേഷൻ ഒന്നും കൂടി ഒരാളെ സസ്പെൻഡ് ചെയ്ത കമ്പനിയില് സപ്പോസ് ഒരു പതിനഞ്ച് ദിവസം സസ്പെൻഡ് ചെയ്തു അഞ്ചു ദിവസം സസ്പെൻഡ് ചെയ്തില്ലെങ്കിൽ ഒരു മാസം സസ്പെൻഡ് ചെയ്താലും ശരി സബ്സിസ്റ്റൻസ് അലവൻസ് കൊടുക്കണം ബേസിക്കിന്റെ ഫിഫ്റ്റി പെർസെന്റ് കൊടുത്തോളണം ഒരു കമ്പനിന്ന് ആരെങ്കിലും സസ്പെൻഡ് ചെയ്താൽ ഗവൺമെന്റ് ആയിക്കോട്ടെ ആരെങ്കിലും സസ്പെൻഡ് ചെയ്താൽ അവരുടെ ബേസിക്കിന്റെ ഫിഫ്റ്റി പെർസെന്റ് കൊടുത്തോളണം കാരണം അവന് ഒന്നും കിട്ടിയില്ല അവന്റെ ഫാമിലി പട്ടിണി കിടന്ന് ചാവില്ലേ അപ്പൊ അതുകൊണ്ട് നിയമമാണ് fifty percent no charge sheet ഇത്ര ദിവസത്തിനുള്ളിൽ ഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഈ ഫിഫ്റ്റി സെവന്റി ഫൈവ് പെർസെന്റ് ആയിട്ട് പരിണമിക്കും ഇത്ര മാസത്തിനുള്ളിൽ ഇത്ര ആഴ്ചയുടെ ചാർജ് ഷീറ്റ് അവൻ ഇഷ്യൂ ചെയ്തിട്ടില്ല കമ്പനിയുടെ പേരിലാണ് തെറ്റാണെന്നെങ്കിൽ ഓർഗനൈസേഷന്റെ പേരിലാണ് തെറ്റിച്ചാൽ ആ അമ്പത് പെർസെന്റ് എന്നുള്ളത് എഴുപത്തഞ്ച് പെർസെന്റ് ഓഫ് ദ ബേസിക് ആയിട്ട് പരിണമിക്കും അതാണ് അങ്ങനെ പോകുന്നത് പിന്നെ അടുത്തത് യെസ് കണ്ടിൻജന്റ് ആൻഡ് ഡെഫേർഡ് അതായത് ലേറ്റർ പേയ്മെന്റ് പോസ്റ്റ്പോൺ ചെയ്യുന്ന വിധം ചില കാരണങ്ങൾ ചില സമയത്ത് ഇപ്പൊ കൊടുക്കേണ്ടത് കുറച്ച് കാരണം എന്താ വെച്ചാൽ നമ്മുടെ കോവിഡ് സിറ്റുവേഷൻ കമ്പനികളൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ കൊടുക്കേണ്ടത് കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കുന്നത് അതാണ് ഡെഫേർഡ് പേയ്മെന്റ് അടുത്തത് ഇനി മെഡിക്കൽ എക്സ്പെൻസ് അതായത് മെഡിക്കൽ എക്സ്പെൻസ് രണ്ട് വിധം ഒന്ന് ഒന്നിപ്പോ ഈ ഗ്രൂപ്പ് ഇൻഷുറൻസ് മുഖാന്തരം മെഡിക്കൽ എക്സ്പെൻസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലൈസേഷൻ കഴിഞ്ഞിട്ട് ആ ബില്ലും കൊണ്ടുവന്ന മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ഉണ്ട് അത് ഇൻകം ടാക്സും കൂടി കൗണ്ട് ചെയ്യുന്നതാണ് കേട്ടോ reimbursement is counted against income tax but medical allowance is not counted in allowance taxable ആണ് ഇനി അടുത്ത് ഡിസബ് ഹെൽത്ത് ഇൻഷുറൻസ് ഞാൻ ആൾറെഡി പറഞ്ഞു ഞാൻ നീട്ടുന്നില്ല ഗ്രൂപ്പ് ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസ് പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഗ്യാരണ്ടീഡ് വേജ് പ്ലാൻ പറഞ്ഞു കഴിഞ്ഞു ഡിസബിലിറ്റി ഇൻകം ഷോർട്ട് ടേം അതായത് എന്തെങ്കിലും പെട്ടെന്ന് ഡിസബിലിറ്റി വന്നു വിചാരിക്കുക പെട്ടെന്ന് എന്തെങ്കിലും വയ്യാതെ വന്നു വിചാരിക്കുക അപ്പൊ അവരുടെ ഡിസബിലിറ്റി ഒരു ഇതുണ്ട് ആ സ്കീം പ്രകാരം അവർക്ക് പൈസ എന്തെങ്കിലും കൊടുക്കണം അവർ ജോലി ചെയ്യാൻ വയ്യാതെ പെട്ടെന്ന് കണ്ണ് ഐസൈറ്റ് പോയി എന്തെങ്കിലും പല പ്രശ്നങ്ങളാൽ അങ്ങനെ കമ്പനിയുടെ ചില പ്രശ്നങ്ങളും വരും അവരുടെ ചില തെറ്റുകളും അവരുടെ എന്ന് വെച്ചാൽ നോയിങ്ങിലല്ല അൺനോയിങ്ങിൽ എന്തെങ്കിലും സംഭവിച്ച അവർക്ക് ഈ ഷോർട്ട് ടേമിന് വേണ്ടിയിട്ടുള്ള ബെനിഫിറ്റ് ഓക്കെ പിന്നെ വേറൊരു കാര്യം ജേണി ആൻഡ് ബിരേം ആൻഡ് പെയ്ഡ് ലീവ് നിങ്ങൾക്കറിയാം പലരും ഈ ലീവ് എടുക്കുന്ന സമയത്ത് അതിൽ പല വിധത്തിലുണ്ട് അതിൽ അത് വരുന്നുണ്ട് അപ്പൊ ആ സമയത്ത് പറയാം രണ്ട് മെറ്റർണിറ്റി ലീവ് നിങ്ങൾക്കറിയാം ശ്രദ്ധിക്കുക ഈ മെറ്റർണിറ്റി ലീവ് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് ഞാൻ പറയുന്നത് മെറ്റേർണിറ്റി ലീവ് പണ്ട് മൂന്ന് മാസമായിരുന്നു കോട്ടെ ഇനി ഇപ്പൊ എത്ര ആയിക്കോട്ടെ ആറായിക്കോട്ടെ ഒരു കൊല്ലം ആയിക്കോട്ടെ ഇപ്പൊ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റേണ്ട ഇപ്പോഴത്തെ നിയമങ്ങളെ പഠിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ദിനം പ്രതി ദിനം പ്രതി അവനവന്റെ പ്രധാനമന്ത്രിയുടെ മൂടും ഇവിടുത്തെ മൂടും അനുഭവിച്ച് നിയമങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരുന്ന ആകെപ്പാടെ നമ്മൾ കൺഫ്യൂസ്ഡായി കാരണം നമ്മളിത് പത്ത് അമ്പത് കൊല്ലായി ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷെ ഞാൻ തന്നെ കൺഫ്യൂസ്ഡ് ആണ് കാരണം ദിനം പ്രതി ഓരോന്നോരോന്നും ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ എന്തുകൊണ്ട് ഞാൻ കൺഫ്യൂസ്ഡ് ആണെന്ന് പറയട്ടെ പറയാം ഗ്രാറ്റുവിറ്റി വരുന്നുണ്ട് നിങ്ങളെ നിങ്ങളുടെ തൊട്ടടുത്ത് ഗ്രാറ്റുവിറ്റിയുടെ നിയമം എന്താണ് അറിയുക every completed year of service പതിനഞ്ച് ദിവസം ശമ്പളം കൊടുക്കണം അതാണ് ഗ്രാജുവേറ്റ് മിനിമം അഞ്ചു കൊല്ലം ഒരു കമ്പനി ജോലി ചെയ്യണം പതിനഞ്ച് ദിവസത്തെ എവരി കംപ്ലീറ്റഡ് ഇയർ പതിനഞ്ച് ദിവസം ശമ്പളം കൊടുത്തോളണം അപ്പൊ നിങ്ങൾ പത്ത് കൊല്ലം ചെയ്തെങ്കിൽ ഇൻഡു എത്ര നമ്പർ ഓഫ് ഇയേഴ്സിന് ഒരു മാസത്തെ ശമ്പളത്തിന്റെ പകുതി into number of years you work അതാണ് ഗ്രാറ്റുവിറ്റി ഇനി ഞാൻ പറയാൻ പോകുന്ന പ്രത്യേകിച്ച് അതിലെ ഗ്രാറ്റുവിറ്റി ആക്ട് ആണ് സ്റ്റാറ്റ്യൂട്ടറി ആണ് ഇത് കൊടുത്തേ പറ്റൂ പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട് gratuity can be denied also gratuity can be denied under the following circumstance ഇത് ബുക്കിലില്ല കേട്ടോ ശ്രദ്ധിച്ചോളൂ വൺ കമ്പനി അടച്ചു കമ്പനിക്ക് കൊടുക്കാൻ കാശില്ല വിചാരിക്കും അപ്പൊ ഐ ടി ഇന്ത്യൻ നമ്മുടെ എച്ച് എം ടി കൊടുത്തിട്ടില്ലല്ലോ എഫ് എ സി ടി കൊടുത്തിട്ടില്ലല്ലോ അപ്പൊ ഇപ്പൊ ഞാനിത് പറയാനുള്ള കാരണം കേട്ടോ അതാണ് ആകപ്പാടെ നമ്മൾ തന്നെ കൺഫ്യൂസ് ആയി എങ്ങനെ പഠിപ്പിക്കാന്ന് അറിയില്ല എന്ന് പറയുന്നത് നിയമങ്ങളെ തോന്നിയമാരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി മറിഞ്ഞു ആലോചിക്ക ആലോചനാ ശക്തി പോലും ഇല്ല ചിലപ്പോ സമയത്ത് ഇത് ഉണ്ടാക്കുന്നവർക്ക് കൺട്രോൾ ഞാൻ പറയാം എന്താ അപ്പൊ എന്താണ് ഞാനൊക്കെ പഠിപ്പിച്ചത് ഞാനൊക്കെ പഠിച്ചതും ഞാനൊക്കെ ഇത്ര കാലം കുട്ടികളെ പഠിപ്പിച്ചേർന്നും ചെയ്തു ചേർന്നെന്നും ഞാനൊരു ലീഗൽ അഡ്വൈസറാണ് ഇങ്ങനെയൊക്കെ ചെയ്തു ചേർന്ന് എനിക്ക് ചിരിയും വരെയാണ് ഒക്കെ ഓരോരോ കോട്ട ജഡ്ജ്മെന്റ് ഒക്കെ കാണുമ്പോ അതായത് stat outer every after five years only you are eligible to get gratuity for every completed year fifteen days salary ഇനി താഴെ പറയുന്നത് കണ്ടോളൂ gratuity can be denied under the following circumstances one moral turpitude രണ്ട് if you are involve in sexual harassment at the working place three നിങ്ങളെ നിങ്ങളുടെ പേരിൽ ഒരു ക്രിമിനൽ കേസസ് എന്തെങ്കിലും പെൻഡിങ് ഉണ്ട് വിജിലൻസ് എൻക്വയറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന കേസിൽ ഇതിലെല്ലാം നിങ്ങളുടെ ഹോൾഡ് ചെയ്യാം അതിൽ ആദ്യത്തെ capacity to pay by the employer ആണ് gratuity act capacity to pay by the employer മനസ്സിലായില്ലേ ഞങ്ങൾ ഡിനേ ചെയ്തിട്ടുണ്ടല്ലോ പലർക്കും ഞാൻ പല കാരണങ്ങളും ഇപ്പൊ ഈ കേസിൽപ്പെട്ടവര് പലർക്കും ഒക്കെ ഞങ്ങൾ ഗ്രാറ്റുവിറ്റി കൊടുത്തിട്ടില്ലല്ലോ ഓ ഞാൻ എന്തേ പറഞ്ഞറിയോ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഹോണറബിൾ ഹൈക്കോർട്ട് കേരളത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു you cannot hold gratuity it has to be paid fully and you know under any circumstances you know you can you cannot hold gratuity it has to be paid അപ്പൊ പിന്നെ ഈ നിയമം എന്തിനാ അപ്പൊ ഈ നിയമം എന്തിനാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ നിയമം ഗ്രാറ്റുവിറ്റിയുടെ നിയമം ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ടോട്ടലി ചില സമയത്ത് നമുക്ക് കൺഫ്യൂഷനും വരുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞത് മാത്രം കേട്ടോ തെറ്റിദ്ധരിക്കരുത് കാര്യം നമ്മൾ കുറ്റം പറയല്ല കാരണം നമുക്ക് നമുക്കിതിനെപ്പറ്റി എത്രയോ വർഷം നമ്മൾ ഓരോരുത്തരും ഗ്രാറ്റുവിറ്റി കൊടുത്താണ് ചിലവരുടെ ഡിനൈ ചെയ്തിട്ടുണ്ട് അത് പ്രധാന കാരണങ്ങൾ ഇതേമാതിരി ഇപ്പൊ ഈ കേസിലൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ വിജിലൻസ് എൻക്വയറി ഇതേമാതിരിയുള്ള കേസിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ ഹോൾഡ് ചെയ്യും പക്ഷെ ഈ ക്ലിയറൻസ് നമ്മുടെ ക്രിമിനൽ കേസ് റിലീസ് ചെയ്താൽ അവർക്ക് പൈസ കൊടുക്കും മനസ്സിലായില്ലേ പക്ഷെ ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കില്ല ഇൻട്രസ്റ്റ് കൊടുക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ പല നിയമങ്ങളുണ്ട് പക്ഷെ പെട്ടെന്ന് ഒരു സുപ്രീം കോടതി നമ്മുടെ ജഡ്ജി പറയുന്നു പിന്നെ എല്ലാവർക്കും കൊടുത്തേ പറ്റൂ നിയമമാണ് നിയമമാണ് സ്റ്റാറ്റുറ്ററി ആക്ട് ആണ് പക്ഷെ ഈ നിയമത്തിൽ ഇതുണ്ട് <laughs> മനസ്സിലായില്ലേ അടുത്ത് യെസ് മെറ്റർണിറ്റി ആ മെറ്റർണിറ്റി ലീവിൽ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ചിലർ ആറ് മാസം കൊടുക്കുന്നു ചിലർ ഒരു കൊല്ലം കൊടുക്കുന്നു ചിലർ മൂന്ന് മാസം മൂന്ന് മാസം ഞാൻ ആദ്യത്തെ കാര്യം പറയട്ടെ പണ്ടത്തെ ഇപ്പോഴത്തെ ഞാനൊന്നും പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ ഓരോരോ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓരോരോ വിധത്തിലാണ് കൊടുക്കുന്നത് പ്രൈവറ്റ് ഓരോരോ ഐ ടി കമ്പനി ഒരു കൊല്ലം ഉള്ളു ഞാനേ ആദ്യം ഞാൻ പഠിച്ചെന്ന് പറയട്ടെ ആദ്യം മൂന്ന് മാസം ആദ്യം ബാക്കിയൊക്കെ നിങ്ങൾ തീരുമാനിച്ചുള്ളൂ എത്ര എത്രത്തോളം ഞാൻ അതിനെ പിന്നീടല്ല പറയുന്നത് മൂന്ന് മാസം മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ ഒന്നര മാസം പ്രീ ഓർഡർ ഡെലിവറി ഒന്നര മാസം ആഫ്റ്റർ ഡെലിവറി അല്ലാതെ പ്രസവത്തിന് ഒരു പത്ത് അഞ്ച് ദിവസം മുമ്പേ പോയിട്ട് ലീവ് എടുക്കരുത് പ്രിയോർ ടു ഡെലിവറി ഒന്നര മാസം വേണം after delivery one and half months ആണ് പിന്നെന്താ നിയമം അറിയോ ഇതിലൊന്നും ഇല്ലാത്ത നിയമമാണ് ഞാൻ പറയുന്നത് ഒന്നും കൂടി ആഫ്റ്റർ ദ ഡെലിവറി ഈ the physical condition of the lady is not good subject to certification of the medical officer not M B B MBBS. നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ further one month with pay can be granted അതാണ് മെറ്റർണിറ്റി ലീവ് ഇപ്പൊ ചിലർ ആറ് മാസം കൊടുക്കണം അഞ്ച് മാസം പത്തോ മാസം ഒക്കെ കൊടുക്കേണ്ട ഒരു കൊല്ലം കൊടുക്കുന്നവരൊക്കെ ഉണ്ട് എന്താ ചേർത്തോളൂ അപ്പോട്ടെ ഞാൻ നമ്മളിപ്പോ അതിന് ഒരു ഇതല്ല പറയുന്നത് പക്ഷെ ഇങ്ങനെയാണ് അതിന്റെ ഉദ്ദേശം എന്താണ് അവർക്ക് സ്ത്രീകൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആ സമയത്ത് കുട്ടികളെ പരിപാലിക്കാനും എല്ലാം അവരുടെ ശരീര ഇത് റീഗെയിൻ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഓരോരോ ഇതാണ് ചിലർക്ക് ഉണ്ടാത് കഴിഞ്ഞാൽ ചില സമയത്ത് വിഷമങ്ങളൊക്കെ ഉണ്ടാവില്ല ഫിസിക്കലായിട്ട് അവരുടെ വിഷമങ്ങളൊക്കെ വരും അപ്പൊ അതൊക്കെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് കൊടുക്കുന്ന ആനുകൂല്യമാണ് ഇത് അടുത്ത് പെറ്റർണിറ്റി ലീവ് ഉണ്ട് ഭർത്താവ് പണ്ടുണ്ടായിരുന്നില്ല ഞങ്ങളൊക്കെ ഉള്ള സമയത്ത് ഞങ്ങൾക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ പെറ്റർണിറ്റി ലീവ് ഉണ്ട് അതായത് ഭർത്താവിനും അതെ അതും ഓരോരോ കമ്പനിയിൽ ഓരോരോ വിധമാണ് ചിലർ ആറ് ദിവസം ചിലർ പത്ത് ദിവസം പിന്നെ ഇങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് അത് ഭർത്താവിന് ഭാര്യയെ സഹായിക്കാൻ കുട്ടിയെ നോക്കാൻ കാരണം അവിടെ ഭാര്യയും ഭർത്താവ് മാത്രമേ ഉണ്ടാവും ഭാര്യ മാത്രമേ ഉണ്ടാവും അവിടെ അപ്പൊ കുട്ടിയെ നോക്കാൻ ആളും അവിടെ അപ്പൊ ആ സമയത്ത് ഭർത്താവിനും ഇതേമാതിരി ലീവ് കമ്പനി വിത്ത് പേ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് പിന്നെ സിക്ക് ലീവ് നോക്കൂ മൂന്ന് വിധത്തിലുള്ള ലീവ് ഉണ്ട് ഒന്ന് ഏൺ ലീവാണ് ഒന്ന് ക്യാഷൽ ലീവാണ് ഏൺ ലീവ് പറഞ്ഞ പ്രിവിലേജ് ലീവ് ഒന്ന് സിക്ക് ലീവാണ് ഒന്ന് ക്യാഷൽ ലീവാണ് ക്യാഷൽ ലീവ് പറഞ്ഞ കലണ്ടർ ഇയറിലാണ് ജനുവരി ടു ഡിസംബർ ഒരു പന്ത്രണ്ട് എന്താണെന്ന് വെച്ചാൽ അത് പിന്നെ ഓരോരോ ഓരോരോ മാസം ഓരോന്ന് സിക്ക് ലീവ് എന്ന് വെച്ചാൽ ഓരോരോ കമ്പനിയിൽ ഓരോ നിയമമാണ് ചിലത് ട്വന്റി ഹാഫ് ഡേ അതായത് ടെൻ ഹാഫ് ആയിട്ട് കൊടുക്കാം ഫുള്ളായിട്ട് കൊടുക്കാം ഫുള്ളായിട്ട് എടുക്കുകയെന്ന് വെച്ചാൽ പത്ത് ദിവസം ഹാഫ് ആയിട്ട് എടുക്കുകയെന്ന് വെച്ചാൽ ഇരുപത് ദിവസം അതാണ് സിക്ക് ലീവ് അങ്ങനെ ഓരോ കമ്പനിയിൽ ഓരോ വിധമാണ് കേട്ടോ അങ്ങനെ ഞാൻ അങ്ങനെ വിചാരിക്കുന്നത് ഓരോ കമ്പനി ഓരോ വിധമാണ് പിന്നെ അടുത്തത് പ്രിവിലേജ് ലീവ് പ്രിവിലേജ് ലീവ് എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിലെ ഒരു കൊല്ലത്തിലെ ഒരു മാസം ലീവോ അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ദിവസം ലീവ് അങ്ങനെ പട്ടാളത്തിൽ മൂന്ന് മാസമാണ് രണ്ട് മാസം മൂന്ന് മാസം പട്ടാളത്തിൽ അതിന് കാരണങ്ങൾ വരെയാണ് അവരവരുടെ വർക്കിംഗ് എൻവയോൺമെന്റ് വളരെ കാർഗില് തിൽച്ച ഇത് ഇവിടെ വളരെയധികം ഹൈറ്റ് ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണ് അപ്പൊ അവർക്ക് രണ്ട് മൂന്ന് മാസത്തെ ലീവ് ഉണ്ട് പട്ടാളത്തില് കേട്ടോ അപ്പൊ അതൊന്ന് പിന്നെ ഇനി എന്താ വേണ്ടേ ചൈൽഡ് കെയർ ലീവ് അത് പറഞ്ഞു ആൾറെഡി അതാണ് paternity leave next sick leave പറഞ്ഞു ആ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് ഒരു ലീവും നിങ്ങളുടെ റൈറ്റ് അല്ല it is only a privilege നിങ്ങൾക്ക് കോടതി പോലും പറ്റില്ല എന്റെ കമ്പനി എനിക്ക് ലീവ് തന്നില്ലേ എന്ന് പറഞ്ഞിട്ട് പറ്റില്ല it is a privilege subject to the approval of the competent authority leave is not a right it is only a privilege subject to approval of the competent authority this is for for kind information next ഞാൻ സമ്മറി സമ്മറി പെട്ടെന്ന് പറഞ്ഞു പോട്ടെ ട്യൂഷൻ എയ്ഡ് ബെനിഫിറ്റ് അതായത് നിങ്ങൾ പഠിക്കുമ്പോൾ അതായത് നിങ്ങൾക്ക് ട്യൂഷൻ എടുക്കാനല്ല ട്യൂഷൻ അതായത് ദിസ് എഡ്യൂക്കേഷണൽ അലവൻറ്റ് അതാണ് എൻ്റെ അർത്ഥം അല്ലാണ്ട് നിങ്ങൾക്ക് ട്യൂഷൻ എടുക്കാനുള്ള കാശല്ല അത് ട്യൂഷനയുടെ പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുമ്പോൾ അതിനുള്ള കൊടുക്കുന്ന ഫീസൊക്കെ ഉണ്ടല്ലോ എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾ എം ബി എ എടുക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എടുക്കുക എഞ്ചിനീയറിംഗ് എടുക്കുക ആ ഫീസ് റീഇംബേഴ്സ് ചെയ്യും അതാണ് tuition fee next suggestion award you give the best suggestion അതായത് ഓരോ കമ്പനിയുടെ സജഷൻ അവാർഡ് ഉണ്ട് അത് എനിക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് അതിൽ അവര് അത് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് അപ്പൊ നമ്മുടെ ഇതൊക്കെ മോട്ടിവേറ്റ് ചെയ്യാൻ എംപ്ലോയീസിനെ നന്നായി വർക്ക് ചെയ്യാൻ നല്ല എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നല്ല സജഷൻ കമ്പനിയുടെ മണി സേവിങ് ഇതൊക്കെ സജഷൻ കൊടുത്താൽ ഇറ്റ് ഷുഡ് ബി റിവാർഡഡ് അവരെ അത്തരത്തിലുള്ള എൻകറേജ് ചെയ്യണം കമ്പനിക്ക് കുറെ ബെനിഫിറ്റ് ഉണ്ടാവും പല ഇലക്ട്രിസിറ്റി സേവിങ് മറ്റേ സേവിങ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ പിന്നെ സജഷൻ അവാർഡ് പറഞ്ഞു സർവീസ് അവാർഡ് എനിക്ക് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എനിക്ക് മെറിറ്റോറിയ സർവീസ് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ മെറിറ്റോറിയസ് സർവീസ് അവാർഡ് അതായത് അഞ്ചു കൊല്ലം കംപ്ലീറ്റ് ചെയ്ത പത്ത് കൊല്ലം കംപ്ലീറ്റ് ചെയ്ത പതിനഞ്ച് കൊല്ലം കംപ്ലീറ്റ് ചെയ്ത ഇരുപത് കൊല്ലം കംപ്ലീറ്റ് ചെയ്ത എന്റെ ഇരുപത്തഞ്ചു കൊല്ലം അപ്പം എത്രയോ നാലോ അഞ്ചെട്ടി ഉണ്ട് എൻ്റെ അഞ്ചോ ആറട്ടി ഉണ്ട് സംതിങ് അത് അത് എംപ്ലോയീസിന് മോട്ടിവേറ്റ് ചെയ്യണം അതാണ് പണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പറയാം award to mister Unnikrishnan toward the recognition of his meritorious service to the government of India okay this day പറഞ്ഞിട്ട് ഇരുപത്തി ആറ് ഡിസംബർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് തരുന്ന ചെയർമാൻ മാനേജിംഗ് ഡയറക്ടർ അതാണ് നമ്മുടെ സർവീസ് അവാർഡ് നെക്സ്റ്റ് അപ്പൊ ഇതൊക്കെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് സെവിയറൻസ് പേ സെവിയറൻസ് പേ ഓരോ എംപ്ലോയീസിന് കൊടുക്കുന്ന ബെനിഫിറ്റ് ആണ് അതെന്താണ് സെവിയറൻസ് പേ അതായത് എവിടേത് ഓക്കെ സെവിയറൻസ് പേ പറഞ്ഞ amount pay to an employee on the early termination of the contract നിങ്ങളെ പെട്ടെന്ന് അഞ്ചു കൊല്ലത്തെ കോൺട്രാക്ട് ആണ് നാല് കൊല്ലം കഴിഞ്ഞിട്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞു പിരിച്ചുവിടുകയാണ് എന്നുണ്ടെങ്കിൽ ആ പിരിച്ചുവിടുന്നതിനുള്ള ഒരു ബെനിഫിറ്റ് നിങ്ങളെ സെപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ കമ്പനി നിങ്ങൾക്ക് തരുന്ന കോമ്പൻസേഷൻ അടുത്തത് ഓക്കെ അടുത്തത് ഡെന്റൽ ബെനിഫിറ്റ് പല്ലുവേദനയ്ക്ക് ആ ഇവിടെ ഒരു കാര്യം പറയണ്ടേ പല്ലുവേദന പറഞ്ഞ പറഞ്ഞാൽ പല്ലിന്റെ വേദനയാണ് ചിലവരെ പല്ല് സ്വർണം കൊണ്ട് കെട്ടാനൊക്കെ പരിപാടി ഉണ്ട് അതും പൈസ റിമ്പ് തരില്ല കേട്ടോ ഡെന്റൽ എന്ന് പറഞ്ഞാൽ പല്ല് വേദനയ്ക്കാണ് അല്ലെങ്കിൽ സർജറിക്കാണ് അല്ലാതെ അതിൽ സ്വർണോ കോപ്പറോ വെക്കാനല്ല അത് റീംബേഴ്സ് ചെയ്യില്ല കാരണം ചിലർ ഞങ്ങളുടെ അവിടെയൊക്കെ ചെയ്തിട്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ ചെയ്യരുത് ഡെന്റൽ പറഞ്ഞ അത് അവരുടെ ഫില്ലിങ് മറ്റേതൊക്കെ ഉണ്ടല്ലോ അതിനുള്ള പൈസ കമ്പനി തരും അത് സെപ്പറേറ്റ് ആയിട്ട് ഇതൊക്കെ സെപ്പറേറ്റ് ആണ് തരുന്നത് കേട്ടോ പിന്നെ അടുത്ത് payment for time not worked പറയട്ടെ payment for not worked national ഹോളിഡേയ്സിൽ നിങ്ങൾ ജോലി ചെയ്യുന്നില്ലല്ലോ ഒക്ടോബർ രണ്ട് ജനുവരി ട്വന്റി സിക്സ് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ജോലി ചെയ്യുന്നുണ്ടോ ശമ്പളം തരുന്നുണ്ടല്ലോ അതാണ് അതായത് payment for time not worked നിങ്ങൾ വർക്ക് ചെയ്തില്ല മെയ് ഒന്നാം തീയതി നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ ശമ്പളം തരുന്നില്ലേ അതന്നെ നെക്സ്റ്റ് വെക്കേഷൻസ് ഇതൊക്കെ അതായത് നിങ്ങൾക്ക് കൊല്ലത്തിൽ ഒരു തവണ അല്ലെങ്കിൽ രണ്ട് കൊല്ലത്തിൽ ഒരു തവണ അങ്ങനെ വെക്കേഷൻ തരുന്നുണ്ട് ഇപ്പൊ ഐ ടിയിലൊക്കെ ഓരോ നിങ്ങൾ അമേരിക്കയിൽ പോയിട്ട് വരും ആസ്ട്രേലിയയിൽ പോയിട്ട് വരും കാരണം ഇരുപത്തിനാല് മണിക്കൂറും കമ്പ്യൂട്ടറിന് മുമ്പിലല്ലേ അതേമാതിരി വെക്കേഷൻ തരുന്നുണ്ട് അപ്പൊ you can go with your family all the thing അതും ഒരു എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാണ് നെക്സ്റ്റ് ഹോളിഡേയ്സ് നിങ്ങൾക്ക് തരുന്നുണ്ടല്ലോ പല ഹോളിഡേയ്സ് നിങ്ങൾ അവിടെ പോയിട്ട് വരും നയാഗ്ര വാട്ടർഫാൾ കണ്ടു മൂന്നാറ് പോയി കാണുന്നൊക്കെ എന്നൊക്കെ അതൊക്കെ എല്ലാവരും ഫാമിലിയും കൊണ്ട് നമുക്ക് പോകുമ്പോൾ ഒരു ഫ്രഷ് അറ്റ്മോസ്ഫിയർ കിട്ടാനും കോൺസെൻട്രേഷൻ കിട്ടാനും നമ്മൾ away from the work flow അതിനു വേണ്ടിയിട്ടാണ് ഇത് നെക്സ്റ്റ് എന്നാ വോട്ടിംഗ് പേ ഇലക്ഷൻ ദിവസം വോട്ട് ചെയ്യാമല്ലോ ചിലർ വോട്ട് ചെയ്യും ചിലർ വോട്ട് ചെയ്യാതിരിക്കും പണ്ടൊക്കെ ഞങ്ങളൊക്കെ വോട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്ലിപ്പും കൊണ്ടുവരണം നല്ല വോട്ട് ഇത് ഇത് കിട്ടൂ ഇപ്പൊ അത് വേണ്ട എവിടെ വെച്ചാലും ആ election day will be declared as a holiday under negotiable act നിങ്ങൾക്ക് ആ ദിവസത്തെ ശമ്പളം കിട്ടും അത് നിങ്ങൾക്ക് വേണമെച്ചാൽ പറയാം ഇത് payment for time not worked അപ്പൊ ഇലക്ഷൻ ഡേയ്സിൽ നിങ്ങൾക്ക് ലീവ് തന്നേ പറ്റൂ panchayat election assembly election Lok Sabha election ഇതിനൊക്കെ നിങ്ങൾക്ക് തന്നേ പറ്റൂ കേട്ടോ പിന്നെ അതൊന്ന് പിന്നെ അടുത്തത് നേഷണൽ വൈഡ് ഞാൻ പറഞ്ഞു ട്രാവലിംഗ് എൽ ടി സി അതേമാതിരി നമ്മുടെ ലീവ് ട്രാവൽ കൺസെഷൻ ഉണ്ടല്ലോ travelling allowance L T C പിന്നെ L T L T C മാത്രമല്ല ട്രാവലിംഗ് അലവൻസ് നിങ്ങൾ വേറെ എവിടെയെങ്കിലും ടൂറിൽ പോണ സമയത്ത് നിങ്ങളുടെ സപ്പോസ് വണ്ടിയുടെ ട്രെയിനിന്റെ അല്ലെങ്കിൽ ലോക്കൽ കൺവീനിയൻസോ നിങ്ങൾ ഹോട്ടലിൽ താമസിക്കേണ്ട എവിടെയെങ്കിലും ദൂരദിക്കിൽ പോകുമ്പോൾ ഇതിനുള്ള നിങ്ങൾ ടൂറിൽ പറഞ്ഞയക്കുമ്പോൾ ഇതെല്ലാം കമ്പനി പേ ചെയ്ത് തരണം കാരണം അല്ലാണ്ട് നിങ്ങൾ എവിടെ പോയിട്ട് താമസിക്കുക അല്ലാണ്ട് എങ്ങനെ പോകും പ്ലെയിനിൽ പോകണം അല്ലെങ്കിൽ ട്രെയിനിൽ പോകണം അങ്ങനെയൊക്കെ depend up position they will give class ആയിക്കോട്ടെ എയർ ആയിക്കോട്ടെ ട്രെയിൻ ആയിക്കോട്ടെ അതേമാതിരി ഹോട്ടൽ ആയിക്കോട്ടെ മനസ്സിലായില്ലേ അതൊക്കെയാണ് ട്രാവൽ അലവൻസ് ഓക്കെ നെക്സ്റ്റ് അടുത്തത് കമ്പനി കാറ് അതേമാതിരി സബ്സിഡീസ് ചിലവർക്ക് കമ്പനി കാർ കൊടുക്കും ചിലവര് കാറിന് പകരം സബ്സിഡി കൊടുക്കും എനിക്കൊക്കെ ഉണ്ടായിരുന്നു കമ്പനി കാർ ഉണ്ടായിരുന്നു അതേമാതിരി അതല്ല എങ്കിൽ നിങ്ങളുടെ കാറ് നിങ്ങൾ ഉപയോഗിക്കണം വെച്ചാൽ നിങ്ങൾക്ക് സബ്സിഡി തരും പെട്രോൾ എക്സ്പെൻഡിച്ചർ മനസ്സിലായില്ലേ അല്ലെങ്കിൽ കമ്പനി പ്രൊവൈഡ് ചെയ്യും നെക്സ്റ്റ് മൂവിങ് എക്സ്പെൻസസ് അതെന്താ നിങ്ങൾ എന്താ വിചാരിക്കുക നിങ്ങളെ തള്ളി കൊടുവാനോ അല്ല മൂവിങ് എക്സ്പെൻസസ് പറഞ്ഞാൽ ഒരു മിനിറ്റ് കമ്പനിക്കാർ ട്രാൻസ്പോർട്ട് ഓക്കെ പിന്നെ വേറൊരു കാര്യം ഈ ട്രാൻസ്പോർട്ട് അലവൻസ് ഒന്നും കൂടി ഉണ്ട് കേട്ടോ അതായത് കാർ അലവൻസിൽ നിങ്ങൾക്ക് പെട്രോൾ എക്സ്പെൻസസ് മന്ത്ലി ചിലവർ അയ്യായിരം റുപ്യ ആറായിരം റുപ്യ ഒക്കെ അങ്ങനെ തരും കാറാണൊക്കെ നിങ്ങളുടെ കയ്യിൽ സ്കൂട്ടറിനാണിത് ഇത്ര മോട്ടോർ സൈക്കിളിനാണിത് ഇത്ര അങ്ങനെ നിയമമുണ്ട് അടുത്ത മൂവിങ് എക്സ്പെൻസ് പറയാം നിങ്ങൾ if is transferred from Kerala to Guwahati നിങ്ങൾക്ക് എന്തെങ്കിലും ടൂ ട്രാൻസ്ഫർ ആയി വിചാരിക്കുക പട്ടാളമാണ് വിചാരിക്കുക നിങ്ങൾക്ക് വണ്ടിക്കൂലി തരണം ടി എ ഡി എ തരണം അതേമാതിരി ജീർണ സ്ഥലം തരണം പിന്നെ നിങ്ങൾ ചെക്ക് ചെയ്യാൻ പോണ സമയത്ത് ബാഗേജ് അലവൻസ് നിങ്ങളുടെ സാധനം ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോണ്ടേ അതിന് ട്രക്കിന്റെ ചാർജോ വണ്ടിയുടെ ചാർജോ വണ്ടിയിലുള്ള ഗൂഡ്സോ എന്തെങ്കിലും ഇപ്പൊ മോട്ടോർ സൈക്കിളോ സ്കൂട്ടറോ ഒക്കെ കൊണ്ടുപോകില്ല നിങ്ങള് അതിനുള്ളത് അതാണ് ബാങ്കേജ് അലവൻസ് എന്ന് പറയുന്നത് അതാണ് മൂവിങ് എക്സ്പെൻസ് പിന്നെ റീസെറ്റിൽമെന്റ് അലവൻസ് ഉണ്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് റീസെറ്റിൽ ചെയ്യാണ് വിചാരിക്കുക ഇപ്പോ നമ്മുടെ നിങ്ങളുടെ കമ്പനിക്ക് അരുണാചല പ്രദേശിൽ ഒരു ഓഫീസ് ഉണ്ട് വിചാരിക്കുക അപ്പൊ അവിടെ പോയിട്ട് റീസെറ്റിൽ ചെയ്യണം നിങ്ങൾക്ക് കേരളത്തിൽ പോയിട്ട് റീസെറ്റിൽ ചെയ്യുന്ന Arunachal Pradesh new place so അതിനൊരു അലവൻസ് ഉണ്ട് പിന്നെ സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് ഉണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കുക നെക്സ്റ്റ് യൂണിഫോം പലയിടത്തും കൊടുക്കുന്നുണ്ട് കമ്പനി കൊടുക്കുന്നുണ്ട് അത് നിർബന്ധപൂർവ്വം കമ്പനി അതില്ലാണ്ട് കമ്പനിയിൽ ഉള്ളിൽ കേട്ടില്ല ഓക്കെ അപ്പൊ അതിന് ഇതുണ്ട് വാഷിംഗ് അലവൻസ് ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ മീൽ അലവൻസ് മീൽ അലവൻസ് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ ഫുഡ് അലവൻസ് നിങ്ങൾക്ക് പെർ ഡേ ഇത് അങ്ങനെ ഓരോ അതും ഓരോരോ കമ്പനിയിൽ ഓരോ വിധം അപ്പൊ ഐ ടിയിലൊക്കെ ഉണ്ട് മീൽ അലവൻസ് ഉണ്ട് ഓരോ ദിവസം അല്ലെങ്കിൽ സബ്സിഡൈസ്ഡ് ക്യാൻറ്റീൻ ഉണ്ടാക്കി നിങ്ങൾ ആകെ രണ്ട് റുപ്യ കൊടുക്കുക ഒരു റുപ്യ കൊടുത്താൽ അഞ്ചു റുപ്യ കൊടുത്താൽ നല്ല ഭക്ഷണം കിട്ടും ഏതാ നൂറ്റമ്പത് റുപ്യ ഇരുന്നൂറ് റുപ്യ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അതുണ്ട് അതൊക്കെ ജന എംപ്ലോയീസിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ടും എംപ്ലോയീസിനെ to get to the maximum productivity and motivate the employee അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് നെക്സ്റ്റ് ഡിസ്കൗണ്ട് ആ എംപ്ലോയർ ഉണ്ടാക്കുന്ന സാധനങ്ങൾ നിങ്ങൾ വാങ്ങുകയാണെന്ന് വെച്ചാൽ അതിൽ ഡിസ്കൗണ്ട് മോഡേൺ ബ്രെഡ് അവിടെ വർക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ബ്രെഡ് ഇല്ലേ അവിടെ മിൽമ പാല് അവിടെ പോയിട്ട് നിങ്ങൾ നിങ്ങൾ എംപ്ലോയി ആണെന്ന് വെച്ചാൽ ആ മിൽമ പാലിന് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് തരിക ടെക്സ്റ്റൈൽ വർക്കിപ്പോ അവിടെ വർക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടെക്സ്റ്റൈൽ തുണി എന്തെങ്കിലും എടുത്തതിന് ഡിസ്കൗണ്ട് വരും company if you are a company employees you will get some അതും ഒരു ഡിസ്കൗണ്ട് ആണ് അങ്ങനെ അങ്ങനെ അങ്ങനെ പോകുന്നു അപ്പോ ഈ ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഓർമ്മിക്കുക ഫ്രിഞ്ച് ബെനിഫിറ്റ് പറഞ്ഞാൽ not compulsory indirectly non monetary monetary പറഞ്ഞാൽ salary over time bonus no fringe benefit പറഞ്ഞാൽ ഇൻഡയറക്ട് ബെനിഫിറ്റ് ആണ് എന്താണത് നോക്കിക്കോളൂ ലഞ്ച് പീരീഡ് റെസ്റ്റ് പീരീഡ് പിന്നെ ഹിഡൻ പേയ്മെന്റ്സ് ട്യൂഷൻ ഫണ്ട്സ് അതായത് educational free meals suggestion awards service award special bonus പിന്നെ ഇതൊക്കെ ഫ്രിഞ്ച് ബെനിഫിറ്റിൽ വരും കേട്ടോ പിന്നെ നിങ്ങൾക്ക് പഠിക്കാനും നിങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാനും education allowance and children education also the are giving ഇതൊക്കെ നിങ്ങളെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്ത fringe benefits french benefit without work നിങ്ങൾ ജോലി ചെയ്തില്ലെങ്കിൽ ശമ്പളം നാഷണൽ ലീവ് ഏൺഡ് ലീവ് പറഞ്ഞു next benefit protecting against hazard provident fund pension gratuity പ്രോഡമുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം എന്താ അത് പ്രോഡം ഇ പി എഫ് അത് പിന്നീട് വരാം പറയാം next facilitative program to you know ഈ റൂട്ടീൻ ഓഫ് ലൈഫ് അതായത് ഓരോരുത്തരുടെ വർക്കിംഗ് അവേഴ്സ് എട്ട് മണിക്കൂറെങ്കിലും ജോലി ചെയ്യണം മെഡിക്കൽ അലവൻസ് പറഞ്ഞു കഴിഞ്ഞു ലീവ് ട്രാവൽ ട്രാൻസാക്ഷൻ പറഞ്ഞു കഴിഞ്ഞു റീക്രിയേഷൻ പ്രോഗ്രാംസ് അതായത് നിങ്ങൾക്ക് സ്പോർട്സ് ഡ്രാമ എന്തിനറിയോ നമ്മളെ തലയിൽ നമ്മൾ ഈ ടെൻഷൻ ചെയ്യാൻ വേണ്ടി ആനുവൽ ഇവരുടെ ഗെറ്റ് ടുഗദർ അത് ഇത് ട്രക്കിങ് ഇതൊക്കെ പോകുന്നില്ല അത് ഒരു ഫ്രഷ് അറ്റ്മോസ്ഫിയർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇനി അടുത്തത് ഇപ്പൊ ഓരോരോ കമ്പനിയിൽ ക്ലബ് ഇതൊക്കെ ഉണ്ട് റീക്രിയേഷൻ ക്ലബ് ഇതൊക്കെ ലൈബ്രറി ഇതൊക്കെ ഡെഫിനിഷൻ ഓഫ് വർക്ക്മാൻ അതായത് നമ്മുടെ ഫാക്ടറീസ് ആക്ടിൽ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റില് workman defined under section two S of the industrial dispute act nineteen forty seven അതായത് ഫാക്ടറി ആക്ട് പറഞ്ഞ pertaining to establishment of the factory industrial dispute act പറഞ്ഞ it is service connected employee service connected these are the differences പിന്നെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് പ്രകാരമാണ് നമ്മുടെ പേരിൽ ഡിസിഷൻ ആക്ഷൻ എടുക്കുന്നത് സ്റ്റാൻഡിംഗ് ഓർഡർ സർവീസ് റൂൾസ് എല്ലാ ബെനിഫിറ്റ് ഫാക്ടറി ആക്ടിലാണ് പറഞ്ഞേക്കണേ കമ്പനിയിൽ എന്തൊക്കെ വേണം അതായത് ലൈറ്റനിങ് അതേമാതിരി നമ്മളെ നടക്കുന്ന വഴി ഇത് ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി ക്യാൻറ്റീന് റെസ്റ്റ് റൂം ആംബുലൻസ് റൂം അതൊക്കെ വേണമെന്ന് ഫാക്ടറി ആക്ട് നല്ല നല്ല ബിൽഡിംഗ് വീട് വളരെ സ്റ്റെബിലിറ്റി വേണം ബിൽഡിങ്ങിന് ഇതൊക്കെ ഇതൊക്കെ ഫാക്ടറി ആക്ടിൽ പറയുന്നതാണ് കേട്ടോ വെൽഫെയർ ഓഫീസർ അപ്പോയിന്റ് ചെയ്യണം സേഫ്റ്റി ഓഫീസറെ അപ്പോയിന്റ് ചെയ്യണം ആംബുലൻസ് റൂമിൽ ഇത് വേണം മെഡിസിൻ വേണം ഫസ്റ്റ് എയ്ഡ് വേണം ഇതൊക്കെ ഫാക്ടറിയിലെ പറഞ്ഞത് അടുത്ത് ഇൻഡസ്ട്രിയൽ റിക്രൂട്ടൽ ആക്ട് പറഞ്ഞത് സർവീസ് റിലേറ്റഡ് ഒരു എംപ്ലോയി എങ്ങനെ റിക്രൂട്ട് ചെയ്യണം അതേപ്രകാരം റൂൾസ് എങ്ങനെ ഉണ്ടാവണം അവർ ഏത് വിധം അവരുടെ പേരിൽ ആക്ഷൻ എടുക്കാം സ്റ്റാൻഡിംഗ് ഓർഡർ വർക്കർക്ക് അപ്ലിക്കബിൾ ആയ റൂള് ഓഫീസർമാർക്ക് അത് ഇൻഡസ്ട്രി ഡിസ്പ്യൂട്ട് ആക്ടിലാണ് പറയുന്നത് വലിയ ഇതാ അറിയണമെന്നുണ്ടെങ്കിൽ കണ്ടോളൂ ഇതാ ഇൻഡസ്ട്രി ഡിസ്പ്യൂട്ട് ആക്ട് മനസ്സിലായ ഇതാണത് പിന്നെ ഇത്രയുണ്ട് സാധനം ഒരു ആക്ടാണത് എത്ര പേജറിയോ അത് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാല് പേജാണ് ഇത് ഒരു ആക്ടാണ് ഇൻഡസ്ട്രി ഇത് പ്രകാരമാണ് എംപ്ലോയീസിന്റെ പേരിൽ ആക്ട് എടുക്കുന്നത് ഓക്കെ ഇത്ര അറിയാൻ മതി ഡീറ്റെയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറയാം നിങ്ങൾ ഡൗട്ട് ചോദിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല so I hope you know everything okay അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് <laughs> എന്താ പറയണ്ടേ നിങ്ങൾ ചോദിക്കാത്തതുകൊണ്ട് ഞാൻ പോട്ടെ കാഷ്വൽ ആയിട്ട് പോട്ടെ പിന്നെ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും ഓക്കെ അടുത്തത് ലീവ് ക്യാൻ ബി അക്യുമലേറ്റഡ് അതായത് കാഷ്വൽ ലീവ് അക്യുമലേറ്റ് ചെയ്യാൻ പറ്റില്ല അത് എടുത്ത് തീർക്കണം ഡിസംബർ മുപ്പത്തൊന്നാം തീയതി നാളെ കഴിഞ്ഞാൽ നിങ്ങളുടെ കാഷ്വൽ ലീവ് എല്ലാം പോയി കലണ്ടർ ഇയർ ആണ് പക്ഷേ പ്രിവിലേജ് ലീവും സിക്ക് ലീവും ടു എ സെർട്ടൺ ലിമിറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് ദിവസമോ മുന്നൂറ് ദിവസമോ അങ്ങനെ ഉണ്ട് അത് നിയമമുണ്ട് ഓരോന്ന് അതനുസരിച്ചിട്ട് അക്കുമുലേറ്റ് ചെയ്യുക നിങ്ങൾ റിട്ടയർ ചെയ്യണ സമയത്ത് എടുക്കാത്ത ഏൺ ലീവിന്റെ കാശ് തരും എൻഗേജ്മെന്റ് എടുക്കാത്ത പ്രിവിലേജ് ലീവിന്റെ ഏൺ ലീവ് പറഞ്ഞാൽ അതായത് അതിന്റെ കാശ് തരും ക്യാഷ് ലീവിന്റെ തരില്ല എടുക്കാത്ത ക്യാഷ് ലീവ് ആ സമയത്ത് എന്തെങ്കിലും ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മൂന്ന് ദിവസം രണ്ട് ദിവസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തരും സിക്ക് ലീവ് കനോട്ട് ബി എൻഗേജ്ഡ് സിക്ക് എങ്ങനെ എൻഗേജ് ചെയ്യുക നിങ്ങൾ സിക്കാവുമ്പല്ലേ സിക്ക് ലീവ് എടുക്കുക അതെങ്ങനെ എൻഗേജ് ചെയ്യുക അത് സിക്ക് എൻഗേജ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ക്യാരി ഫോർവേഡ് ചെയ്യാം അതായത് ഇപ്പൊ നിങ്ങൾക്ക് കൊല്ലത്ത് ഈ കൊല്ലത്തെ അസുഖം വന്നില്ലെങ്കിൽ അടുത്ത കൊല്ലത്തെ അസുഖം കൂടെ അത് മാത്രമല്ല ചില അസുഖങ്ങൾ ക്യാൻസർ ടി ബി ഇതൊക്കെ ആറ് മാസമൊക്കെ ലീവ് എടുക്കേണ്ടതാണ് അപ്പൊ leave can be carry forward but it can be it cannot be sick leave cannot be engage മനസ്സിലായോ ഓക്കെ എക്സ്ട്രാ ഓർഡിനറി ലീവ് ഇത് എക്സോർഡിനറിലി അസാധാരണമായ ചില സമയ ഇതുണ്ടല്ലോ ചില സമയത്ത് ഇപ്പൊ ഇതേമാതിരി ഫ്ലഡ് ചില സമയത്ത് epidemic chicken pox small pox ഇപ്പൊ ഇല്ല സ്മാൾ പോക്സ് ഇല്ല കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവർ ലീവ് എക്സ്ട്രാ ഓർഡിനറി ലീവ് നിങ്ങൾക്ക് ശമ്പളത്തോട് കൂടി തരും കാരണം നിങ്ങൾ ഓഫീസ് പോകാൻ പാടില്ല മനസ്സിലായില്ലേ കാരണം ഈ കോവിഡ് ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ ശമ്പളം കട്ട് ചെയ്യാതെ അത് പിന്നെ എക്സ്ട്രാ ഓർഡിനറി ലീവ് പറഞ്ഞാൽ if you want participate in any game or district level or state level on behalf of the our country, then leave can be granted extraordinary leave for participating because they're representing either the state or the country. അടുത്തത് എന്താണ് ഈ board of arbitration board of arbitration is a private contractual form of dispute resolution ഇത് provide for the determination of the dispute by a അതായത് നമ്മുടെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ഈ ഞാനും വേറൊരു പാർട്ടിയും കൂടി ഒരു ഡിസ്പ്യൂട്ട് ഉണ്ട് ശരിക്കും വേറൊരു ആളെ മൂന്നാമത്തെ ആളെ എൻഗേജ് ചെയ്തിട്ട് അത് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർബിട്രേറ്റ് അപ്പൊ പക്ഷെ ആ മൂന്നാമത്തെ ആളെ എൻഗേജ് ചെയ്യുന്ന സമയത്ത് ലീഗലി സൗണ്ട് ആയിരിക്കണം അപ്പൊ രണ്ടും രണ്ടുപേരും അത് ആക്സെപ്റ്റബിൾ ആയിരിക്കണം അങ്ങനെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും നെഗോഷിയേറ്റ് ചെയ്ത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനാണ് ബോർഡ് ഓഫ് ആർബിട്രേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആർബിട്രേഷൻ ഓക്കെ അത് എല്ലാവർക്കും ബൈൻഡിങ് ആണ് പിന്നെ detection of working hours detection of working അവേഴ്സിനെ ഇവിടെ പറയാനുള്ളത് ഞാൻ പറയുന്നത് വേറൊരു വിധത്തിലാണ് നോക്കൂ വർക്കർക്ക് കൂടുതൽ ജോലി ചെയ്യണം എട്ട് മണിക്കൂർ ജോലി ചെയ്യണം ഏഴ് ദിവസം ലീവ് ജോലി ചെയ്താലേ എട്ടാമത്തെ ദിവസം ലീവ് കിട്ടൂ സോറി സോറി ആറ് ദിവസം ജോലി ചെയ്താലാണ് ഏഴ് ദിവസം ഒരു ലീവ് കിട്ടിയിട്ടില്ല ആഴ്ചയിൽ ഒരു ഏഴ് ഇതല്ലേ ഉള്ളൂ ആറ് ദിവസം ജോലി ചെയ്തേ പറ്റൂ ഏഴ് ഏഴാമത്തെ ദിവസം റെസ്റ്റ് കൊടുത്തോണം റെസ്റ്റ് ക്യാരി ഫോർവേഡ് ചെയ്യരുത് അതായത് ലീവ് കൊടുക്കാതെ നിങ്ങൾ കണ്ടിന്യൂസ് ആയി ജോലി ചെയ്യിപ്പിക്കാതെ ആരെയും റെസ്റ്റ് കൊടുക്കണം നിയമമാണ് അത് കേട്ടോ അത് ഫാക്ടറി ആക്ട് പിന്നെ വേറൊരു കാര്യം അപ്പോ വർക്കർമാര് ശനിയാഴ്ചയും ഒക്കെ ജോലി ചെയ്യുന്നു ആറ് ഇല്ലേ അപ്പൊ ഏഴാറ് നാൽപ്പത്തിരണ്ട് പക്ഷെ നമ്മള് എല്ലാ പക്ഷേ ഓഫീസർമാരെ ഫൈവ് ഡേ വീക്കാണ് അപ്പൊ എല്ലാവർക്കും ഓഫീസ് അവേഴ്സ് സിമിലർ അല്ല സ്റ്റേറ്റ് ഗവൺമെന്റിന് അറിയില്ല അഞ്ചാമത്തെ അഞ്ച് സാറ്റർഡേ ഫോർത്ത് പക്ഷെ വർക്കർക്ക് അങ്ങനെയല്ല സംഭവം ഇപ്പൊ നിങ്ങൾ കെ എസ് സി ബിയിൽ അതേമാതിരിയുള്ള ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിങ്ങൾ ആറ് ദിവസം ജോലി ചെയ്യണം നേരെ മറിച്ച് ഓഫീസർമാർക്ക് അഞ്ച് ദിവസമായിരിക്കും എല്ലായിടത്തും അഞ്ച് ദിവസമാണ് പിന്നെ കെ എം ആറിലും മറ്റേ എല്ലായിടത്തും അവിടെ അഞ്ച് ദിവസമാണ് അപ്പോൾ ഓഫീസർമാർക്ക് ഒരു ഒരു റൂള് വർക്കർക്ക് വേറെ റൂള് ഇങ്ങനെയൊക്കെ ഉണ്ട് പരിപാടി എൻ്റർടൈൻമെന്റ് ലീവിന്റെ ഞാൻ എൻ്റർടൈൻമെന്റ് ഞാൻ പറഞ്ഞു നോക്കൂ ഫെസ്റ്റിവൽ ഹോളിഡേയ്സ് ഉണ്ട് അതും ഓരോരോ കമ്പനി തീരുമാനിക്കും മിനിമം പതിമൂന്ന് കൊടുക്കണം ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് പ്രകാരം കേരളത്തിലെ മിനിമം പതിമൂന്ന് ദിവസം കൊടുത്തുകൊള്ളണം പിറവിലെ ക്യാഷ് ലീവ് പതിമൂന്ന് സിക്ക് ലീവ് പതിമൂന്ന് ഏൺ ലീവ് പതിമൂന്ന് ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് മറ്റേത് നിങ്ങൾക്ക് എത്ര മണിക്കാലും കൊടുക്കാം കൂടുതൽ പോവാം കുറവാൻ കുറവാകാൻ പാടില്ല അതാണ് പിന്നെ ഇത് ആൾറെഡി ഞാൻ ലീവിന്റെ എൻറ്റൈറ്റിൽമെന്റ് പറഞ്ഞു പിന്നെ ഏൺ ലീവ് നിങ്ങൾക്ക് പ്രിവിലേജ് ലീവ് എന്ന് പറയുന്ന സാധനം സർവീസ് ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷം കിട്ടും അടുത്ത റെക്കമെൻഡേഷൻ പറഞ്ഞു റിട്ടയർമെന്റ് ബെനിഫിറ്റ് നിങ്ങൾക്ക് റിട്ടയർമെന്റ് ബെനിഫിറ്റ് എന്തൊക്കെയാണ് ഗ്രാറ്റുവിറ്റി പെൻഷൻ നിങ്ങളുടെ ലീവ് എൻഗേജ്മെന്റ് എന്തെല്ലാം ലീവ് എന്തെല്ലാം ബാക്കിയുണ്ടോ ശമ്പളത്തിന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും നിങ്ങൾക്ക് എന്തെല്ലാം ഡ്യൂ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് തരും എല്ലാം റിട്ടയർമെന്റ് പിന്നെ മെഡിക്കൽ തീർച്ചയായിട്ടും സി ജി എച്ച് എസ് അതേമാതിരി ഗവൺമെന്റിന്റെയാണ് പല മെഡിക്കൽ ഫെസിലിറ്റീസും പലതുണ്ട് അത് നിങ്ങൾക്ക് ജീവിത അവസാനം വരെ ഇത് കിട്ടും നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് കിട്ടും ഗവൺമെന്റ് എംപ്ലോയീസ് ആണ് ഇതെല്ലാം കിട്ടും അപ്പൊ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഇതൊക്കെയാണ് പിന്നെ പി എഫ് എം പി എഫിലത്തെ E P F employee provident fund അതില് നിങ്ങൾ ജോലി ചെയ്ത സമയത്ത് നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് പന്ത്രണ്ട് ശതമാനം പിടിക്കും പന്ത്രണ്ട് ശതമാനം കമ്പനി ഇടും അങ്ങനെ ഇരുപത്തിനാല് ശതമാനമാണ് നിങ്ങളുടെ ഇപ്പൊ അയ്യായിരം രൂപ നിങ്ങളുടെ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അയ്യായിരം കമ്പനിയുടെയും പതിനായിരം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ പോകും പ്രോഡമണ്ട് അക്കൗണ്ടിൽ അതാണ് E P F employee provident fund scheme മനസ്സിലെയോ അതാണ് കോൺട്രിബ്യൂട്ടറി പ്രോഡം ഫണ്ട് നിങ്ങളുടെ ഈ ഇതിന്റെ ഈക്വൽ കമ്പനി ഇടും അതാണ് ഇ പി എഫ് ഇതൊക്കെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിലോടും പക്ഷേ സ്റ്റേറ്റ് ഗവൺമെന്റില് ഉള്ളത് ജി പി എഫ് അതായത് ജനറൽ പ്രോഡം ഫണ്ട് അതായത് നിങ്ങളുടെ കട്ട് ചെയ്ത് നിങ്ങളുടെ ഇതിൽ പോവും പക്ഷേ ഗവൺമെന്റ് തരുന്ന ഈക്വൽ കോൺട്രിബ്യൂഷൻ പെൻഷനിൽ പോകും അപ്പം നിങ്ങൾ റിട്ടയർ ചെയ്യണ സമയത്ത് നിങ്ങളുടെ കോൺട്രിബ്യൂഷനും ഇൻട്രസ്റ്റും മാത്രമേ കിട്ടൂ ഗവൺമെന്റ് ഈക്വലായി തരേണ്ടത് പെൻഷൻ എമൗണ്ട് ലീവും അപ്പം നിങ്ങൾക്ക് പെൻഷൻ നല്ല വിധത്തിൽ കിട്ടും മനസ്സിലായോ ഇനി അടുത്തത് ഇ e എസ് ഐ അപ്പം ഞാൻ പറഞ്ഞു പന്ത്രണ്ട് മന്ത്രി ഇരുപത്തിനാല് ശതമാനമാണ് പി എഫ് ഉണ്ട് അടുത്തത് അതിന് പതിനയ്യായിരം റുപ്യ ഇതിനൊക്കെ ഒന്ന് റൂളൊക്കെ ഉണ്ട് കേട്ടോ പതിനയ്യായിരം ഡീറ്റെയിൽ വേണമെന്ന് ചോദിച്ചോളൂ പതിനയ്യായിരം റുപ്യ വരെയാണ് പി എഫ് സാലറി പതിനയ്യായിരം പെർ മന്ത് ഇനി ഇ എസ് ഐ ഇരുപത്തൊന്നായിരം രൂപ വരെ ശമ്പളം എടുക്കുന്നവർക്ക് അല്ലെങ്കിൽ താഴെയുള്ളവർക്ക് ഇ എസ് ഐ വേണം ഇ e എസ് ഐയുടെ ഡിഡക്ഷൻ എങ്ങനെ വെച്ചാൽ എംപ്ലോയിയുടെ ശമ്പളത്തിൽ നിന്ന് zero point seven five percent per month and employer മൂന്ന് പോയിന്റ് രണ്ടഞ്ച് ഇടണം അങ്ങനെ നാല് പെർസെന്റ് അവരുടെ ഇ എസ് ഐ അക്കൗണ്ടിൽ പോകും അപ്പൊ ഇ e എസ് ഐയുടെ പല ബെനിഫിറ്റ് ഉണ്ട് ലീവ് അതേമാതിരി പെൻഷൻ ഉണ്ട് ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വിഡോവിന് പെൻഷൻ ഉണ്ട് അങ്ങനെ പല പല പല ബെനിഫിറ്റ് ഉണ്ട് ഡിസബിലിറ്റി അതെ ഇത് പല ബെനിഫിറ്റ് ഉണ്ട് ഇ e എസ് ഐയുടെ ഒരുപടി very they are very good നല്ല ഫെസിലിറ്റീസ് ആണ് പിന്നെ അവരുടെ ഹോസ്പിറ്റൽസ് ഉണ്ട് പിന്നെ മാറാൻ രോഗം എന്തെങ്കിലും ഉണ്ട് അവര് they will refer to big big hospitals you know ക്യാൻസറോ ഇതൊക്കെയാണെന്ന് വെച്ചാൽ റീജിയണൽ അവിടെ അതിന്റെ എല്ലാം എക്സ്പെൻഡിച്ചർ ഗവൺമെന്റ് ഗവൺമെന്റ് മനസ്സിലായില്ലേ പോരെ E S I P F G P F എല്ലാം പറഞ്ഞു പിന്നെ അടുത്തത് ഡീസൻസി ഇതെന്താ സീനിയർ സിറ്റിസൺ ആ പിന്നെ വേറൊരു പോയിന്റ് എന്താന്ന് വെച്ചാൽ നമ്മുടെ E S I E S ഐയിലും പെൻഷൻ ഉണ്ട് കേട്ടോ പിന്നെ പെൻഷൻ ഫിക്സേ പെൻഷൻ ഫിക്സേഷൻ പറഞ്ഞാൽ നിങ്ങളുടെ ലാസ്റ്റ് പേ ഡ്രോൾ നിങ്ങളുടെ ശമ്പളം അവസാനേ ഓരോരോ കമ്പനിക്ക് ഓരോ വിധത്തിലാണ് കേട്ടോ ശമ്പളം നിങ്ങൾ എന്താണ് മേടിച്ച അവസാനം അതിന്റെ അനുസരിച്ചിട്ടാണ് പെൻഷൻ ഫിക്സ് ചെയ്യുന്നത് കേട്ടോ പിന്നെ അടുത്തത് പിന്നെ സീനിയർ സിറ്റിസൺ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ സീനിയർ സിറ്റിസന്റെ പെൻഷൻ ഇതൊക്കെ ഗവൺമെന്റ് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചിലവർക്ക് കിട്ടും ചിലവർക്ക് കിട്ടില്ല അങ്ങനെ പാടില്ല കാരണം ഇതെല്ലാം സോഷ്യൽ ഓബ്ലിഗേഷൻ ആണ് സീനിയർ സിറ്റിസണും ജീവിക്കാനുള്ള അധികാരം ഉണ്ട് അവരുടെ മെഡിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ പെൻഷൻ പലവിധമുണ്ട് ഒന്ന് സൂപ്പറാനേഷൻ പെൻഷൻ സൂപ്പറാനേഷൻ പെൻഷൻ പറഞ്ഞ അതായത് ഹു റിട്ടയർ അതായത് നിങ്ങളെ കമ്പൽസറി നിങ്ങളെ റിട്ടയർ ചെയ്യിപ്പിച്ചു വിചാരിക്കുക അപ്പോ ഒരു അമ്പത് വയസ്സായി വിചാരിക്കുക അമ്പത്തഞ്ച് വയസ്സ് റിട്ടയർ ചെയ്യാൻ പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് പെൻഷൻ തരും ആ പട്ടാളത്തിലുണ്ടല്ലോ പതിനഞ്ച് കൊല്ലത്തെ സർവീസ് ഇരുപത് കൊല്ലത്തെ അത് നിങ്ങൾക്ക് പെൻഷൻ ജീവിത അവസാനം വരെ കിട്ടില്ല അതന്നെ സുപ്രാനുഷൻ പെൻഷൻ അടുത്തത് റിട്ടയർമെന്റ് പെൻഷൻ നിങ്ങളുടെ അമ്പത്താറ് വയസ്സ് കേരളത്തില് അമ്പത്തെട്ട് സെൻട്രൽ ഗവൺമെന്റിൽ അറുപത് ജുഡീഷ്യറി അറുപത്തിരണ്ട് അതേമാതിരി സയന്റിഫിക് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗ അവിടെ അറുപതാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ റിട്ടയർ ചെയ്താൽ റിട്ടയർമെന്റ് പെൻഷൻ കിട്ടും ഓക്കെ പിന്നെ ഇൻവാലിഡ് പെൻഷൻ അതെന്തറിയോ ജോലി ചെയ്യുന്ന സമയത്ത് മെന്റലി നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുക ഇൻഫോർമിറ്റി അതേമാതിരി ബോഡി അപ്പൊ കമ്പനി അതിനുള്ള ഒരു പെൻഷൻ തരും കമ്പൽസറി ചിലവരെ കമ്പൽസറി റിട്ടയർ ചെയ്യും കള്ളന്മാരാ ചെറിയ കക്കുന്നവരോ ചെറിയ അവരെ കമ്പൽസറി റിട്ടയർ ചെയ്യാൻ പറയില്ലെങ്കിൽ പനിഷ്മെന്റ് ഉണ്ടാവും കമ്പൽസറി റിട്ടയർമെന്റ് അതായത് കറപ്ഷൻ കേസസ് ഗവൺമെന്റ് പറഞ്ഞത് കേൾക്കുന്നില്ല കമ്പനി പറയുന്നില്ലെങ്കിൽ പൊക്കോളം പറയും അപ്പൊ അവർക്ക് പെൻഷൻ പോവില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞു വിടുക അപ്പൊ ഒന്നും കൊടുക്കില്ല ഓർക്കണേ കമ്പൽസറി റിട്ടയർമെന്റിൽ നിങ്ങൾ പോയിട്ടില്ല എങ്കിൽ ഉള്ളതും കൂടി കിട്ടില്ല കമ്പനിയാണ് തീരുമാനിക്കേണ്ടത് മനസ്സിലായില്ലേ കാരണം നിങ്ങളുടെ പേരിൽ തെറ്റുകൊണ്ടാണ് നിങ്ങളെ വോട് പോകാൻ വേണ്ടി പറയുന്നത് അടുത്തത് കമ്പേഷനേറ്റ് അലവൻസ് അതായത് ആരെങ്കിലും ഡിസ്മിസ് ചെയ്ത് വിചാരിക്കുക കമ്പനിയിൽ നിന്ന് കമ്പനി ഡിസ്മിസ് ചെയ്ത കമ്പേഷനേറ്റ് ഗ്രൗണ്ടിൽ എന്തെങ്കിലും പെൻഷൻ കൊടുക്കും പക്ഷെ അവരെ ഡിസ്മിസ്ഡ് എന്ന് കാണിക്കില്ല അത് മോശമല്ലേ അപ്പോ അത് പോകണം പറയും പക്ഷെ അവർക്ക് എന്തെങ്കിലും അവർക്ക് ജീവിക്കണ്ടേ അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ പോയി മരിക്കുക എന്തെങ്കിലും ചെയ്യും ഒരാള് ദുഃഖമുണ്ട് പല കാരണങ്ങൾ അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒരു അലവൻസ് ഉണ്ട് അതാണ് compassionate ground allowance compassionate allowance അടുത്തത് എക്സ്ട്രാ ഓർഡിനറി പെൻഷൻ അതായത് സിവിൽ സർവീസിലെ ഓക്കെ സിവിൽ സർവീസിലെ എക്സ്ട്രാ ഓർഡിനറി പെൻഷൻ ഉണ്ട് provide for disability disable disable ആയ ആളുകൾക്ക് പിന്നെ ഫാമിലി പെൻഷൻ ഉണ്ട് അത് ഭർത്താവ് മരിച്ച ഭാര്യയ്ക്ക് പിന്നെ അതാണ് ഇതൊക്കെയാണ് വേരിയസ് ടൈപ്സ് ഓഫ് പെൻഷൻ ഞാൻ കോൺട്രിബ്യൂഷനെ പറ്റി പ്രോഡോമെന്റിന് ആൾറെഡി ഞാൻ പറഞ്ഞു ഗ്രാറ്റുവിറ്റി ആൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആ ഗ്രാറ്റുവിറ്റിയുടെ പറയാത്തൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഇരുപത് ലക്ഷം വരെ മാക്സിമം ഗ്രാറ്റുവിറ്റി മേടിക്കാൻ പറ്റൂ അതായത് എവറി കംപ്ലീറ്റഡ് ഇയർ ഇപ്പൊ ശമ്പളം എല്ലാവർക്കും കൂടുതലല്ലേ പക്ഷേ എങ്കിലും ഇരുപത് ലക്ഷത്തിലും ഇത് ഗ്രാറ്റുവിറ്റി ആർക്കും കൊടുക്കാൻ പറ്റില്ല പണ്ട് ഞാനൊക്കെ ഉള്ള സമയത്ത് മൂന്ന് ലക്ഷം അഞ്ചു ലക്ഷം ഉണ്ടായിരുന്നു ഇപ്പൊ അത് ഇരുപത് ലക്ഷം ഉണ്ട് കാരണം പേ റിവിഷനൊക്കെ കൂടിയപ്പോൾ എല്ലാവരും ശമ്പളം കൂടി അപ്പൊ എങ്ങനെ കൂടിയാലും ശരി നിങ്ങൾ ഗ്രാറ്റുവിറ്റി അക്കൗണ്ടിൽ ഇരുപത് ലക്ഷത്തിൽ മീതെ കൊടുക്കാൻ പാടില്ല നിയമം ഓക്കെ മെഡിക്കൽ അലവൻസ് പറഞ്ഞു ഇനി വോളണ്ടറി റിട്ടയർമെന്റ് അടുത്തത് അതായത് കമ്പനിക്ക് സെയിലില്ല എക്സസ് സ്റ്റാഫ് അപ്പോൾ വേണ്ടാന്നാണ് അവർ വളണ്ടറി റിട്ടയർമെന്റ് ഡിക്ലെയർ ചെയ്യും കമ്പനി പിരിഞ്ഞു പോണ ഒരു പൊക്കോട്ടെ അതാണ് voluntary retirement voluntary retirement open അല്ല കേട്ടോ അഞ്ചോ പത്തോ ദിവസം മാത്രം നോട്ടീസ് ബോർഡ് എടുക്കും ആ സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരു കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ആ നോട്ടീസ് വരുന്നത് അപ്പോൾ എന്തെങ്കിലും കമ്പനി ബെനിഫിറ്റ് തരാൻ ചപ്പ തരും എന്താണ് ബെനിഫിറ്റ് അറിയാ V R S V R S ഈ ഇതൊന്നും പുസ്തകത്തിലില്ല ഞാൻ നോക്കിയിട്ട് പോലും ഇല്ല ഞാൻ എന്താ പറയണം നിങ്ങളോട് V R S mean to reduce the excess manpower existing in government of India organisation public sector undertaking autonomous bodies everything പക്ഷെ ശ്രദ്ധിക്കേണ്ടത് വി ആർ എസ് കൊടുത്താൽ ഗവൺമെന്റില് റീപ്ലേസ്മെന്റ് പാടില്ല അവിടെ വേറെ ആളെ എടുക്കാൻ പാടില്ല നിയമപരമായിട്ടുള്ള ചില പോസ്റ്റ് ഉണ്ട് ചിലത് അത് പാടും ഇപ്പൊ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അതേമാതിരിയുള്ള പോസ്റ്റ് അല്ലാതെ ക്ലറിക്കൽ സ്റ്റാഫിൽ രണ്ടാമത്തെ അപ്പോയിന്റ്മെന്റ് അവിടെ ചെയ്യാൻ പറ്റില്ല കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആൾറെഡി എക്സസ് മാൻ പോറാണ് പിന്നെ ഇവിടുന്ന് നിങ്ങൾക്ക് മറ്റേ എന്താ പറയണ്ടേ എവിടുന്ന നിങ്ങൾ ഒരു ഇത് ചെയ്യണം മറ്റേ റിക്രൂട്ട് അതാണ് V R S V R S പല സ്കീമുണ്ട് അത് ഞാനൊക്കെയുള്ള ഞാൻ വി ആർ എസ് വന്ന് എവറി കംപ്ലീറ്റഡ് ഇയർ നാൽപ്പത്തഞ്ച് ദിവസത്തെ ശമ്പളം വി ആർ എസ് ഗ്രാറ്റുവിറ്റി അല്ല ഗ്രാജുവേറ്റ് വേറെ V R every completed year forty five day ചിലർ അറുപത് ദിവസം കൊടുക്കുന്നുണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് പിന്നെ പിന്നെ എന്തൊക്കെ മെഡിക്കൽ ഇത് നിങ്ങൾ വീട്ടിൽ പോയി ഏത് വീടാണെന്ന് അവിടെ പോയിട്ട് ടു ആൻഡ് ഫ്രോ നിങ്ങളുടെ പ്ലെയിൻ ഫെയർ ആണെന്ന് വെച്ചാൽ അത് തരും ഫാമിലിക്ക് one way only to settle on എവിടെ ഇന്ത്യയിലെ എവിടെ വേണമെങ്കിലും സെറ്റിൽ ചെയ്യാം you are likely to sir live anywhere in India you can go along with your family and one side കാരണം തിരിച്ചു വരേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾ റിട്ടയർ ആയല്ലോ അപ്പോൾ അത് തരും പിന്നെ നിങ്ങളുടെ ബാഗേജ് അലവൻസ് നിങ്ങളുടെ സാധനങ്ങൾ കൊണ്ടുപോകാൻ കട്ടില് മറ്റേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവല്ലോ സാധനങ്ങളൊക്കെ കിച്ചൺ മാറ്റേഴ്സ് ഒക്കെ അതൊക്കെ കൊണ്ടുപോകാനുള്ള പൈസ നിങ്ങളുടെ നിങ്ങളുടെ വണ്ടിക്കോ പ്ലെയിനോ അല്ലെങ്കിൽ വീട്ടിനോ അതൊക്കെ തരുന്നതാണ് വിയർ അപ്പൊ നല്ലൊരു എമൗണ്ട് കിട്ടും കാരണം ഗ്രാറ്റുവിറ്റി കിട്ടും പെൻഷൻ കിട്ടും എല്ലാം കിട്ടും ഓക്കെ അതാണ് ഇത് പിന്നെ നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യം പറയട്ടെ ഗോൾഡൻ ഹാൻഡ് ഷേക്ക് കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല ഗോൾഡൻ ഹാൻഡ് ഷേക്ക് എന്ന് പറഞ്ഞാൽ ഈ പോണ ആളുകളൊക്കെ ഉണ്ടല്ലോ ദുഃഖത്തിലായിരിക്കും പോവുക അയ്യോ എന്നെ പിരിച്ചു വിട്ടു അല്ലാണ്ട് എന്നോട് വളണ്ടിയർ വി ആർ എസ് എടുക്കാൻ വേണ്ടി പറഞ്ഞു അല്ലേ ഗോൾഡൻ ഹാൻഡ് ഷേക്ക് പറഞ്ഞ അങ്ങനെയല്ല നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യുക കമ്പനിയോട് എന്നിട്ട് സന്തോഷപരമായിട്ട് പോവുക ഒന്ന് അതായത് A golden handshake is a hefty severance package which is offered to senior executives, Okay? And other high-ranking officials, often the terms of golden handshake are included in the uh, contract they mentioned in the and they are viewed as insurance against sudden or involuntary job termination. A golden handshake may also be offered to an employee to encourage him or her to retire നിങ്ങൾക്ക് പോവാം നല്ല പൈസ ഓഫർ ചെയ്യും നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാം ഇത്ര തന്നാൽ ഞാൻ പോവാം എന്ന് പറഞ്ഞിട്ട് നെഗോഷിയേറ്റ് ചെയ്യാം സന്തോഷമായിട്ട് പോവാം കമ്പനിയിൽ നിന്ന് ഒരു വിധത്തിലുള്ള കമ്പനിയോട് നമുക്ക് ദേഷ്യവുമില്ല ഒന്നുമില്ല മറ്റേതൊക്കെ പല വർക്കിലുണ്ട് ഓക്കെ അപ്പൊ ഇതിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നെഗോഷിയേറ്റിംഗ് എബിലിറ്റി ഉണ്ട് പിന്നെ ചില സമയത്ത് എന്ത് പറ്റും അറിയോ the employees may, may also be asked to retire due to declining job performance or age, and where, in, in which case a company may wish to provide a recognition uh, of the employees years of long service in the company. അപ്പൊ കമ്പനിനെ പറയാം നിങ്ങൾ പൊക്കോളൂ ഞങ്ങൾ ഇത്ര തരാം നല്ലൊരു എമൗണ്ട് തരാം പൊക്കോളൂ അപ്പൊ നല്ലൊരു എമൗണ്ട് പിന്നെ പോയാൽ ചിലപ്പോൾ adum kittilla അപ്പൊ ഓക്കെ ഞാൻ പൊക്കോളാം നല്ലൊരു ശമ്പളം കിട്ടും kittu or package kittu golden golden handshake okay അപ്പോ സന്തോഷമായിട്ട് പോകുന്നതാണ് കാരണം ഇത് ചില സമയത്ത് എല്ലാ സമയത്തും കിട്ടില്ല അപ്പൊ ചില സമയത്ത് കിട്ടും ആ സമയത്ത് പോവാ അതാണ് ഗോൾഡൻ ഹാൻഡ് ഷേക്ക് വളരെ ഓക്കെ പിന്നെ പിന്നെ വേറെന്താ ഗോൾഡൻ ഹാൻഡ് ഷേക്ക് പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഗ്രേഷ്യ എമൗണ്ട് ഈ പറയുന്ന കുറെ ഞാൻ ഒന്ന് പറഞ്ഞു കേട്ടോ ഇതൊക്കെ നിങ്ങൾ മനസ്സിലെത്തുണ്ടെന്ന് എനിക്കറിയില്ല യഗ്രേഷ്യ എമൗണ്ട് എന്ന് വെച്ചാൽ നോക്കൂ ഒരു കമ്പനി ഭയങ്കര പ്രോഫിറ്റ് പക്ഷേ ബോണസ് മാക്സിമം ട്വന്റി പെർസെന്റ് കൊടുക്കാൻ പറ്റൂ പക്ഷെ ബാക്കിയുള്ളത് പക്ഷെ നല്ലൊരു എമൗണ്ട് കൊടുക്കും കൂടുതൽ പ്രോഫിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അധികം അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടി വരും ടാക്സ് ഒക്കെ കൊടുക്കേണ്ടി വരും അപ്പൊ എഗ്രീഷ്യ കൊടുക്കും ചില സമയത്ത് പിന്നെ കുറെ ഇൻസെന്റീവ് റെയിൽവേയിൽ നോക്കൂ റെയിൽവേയില് ബോണസ് കൊടുക്കുന്നത് ബോണസ് അല്ല എഗ്രീഷ്യാണ് bonus can be paid as per the bonus act to the workers manufacturing sectors workers only as defined under the factory act or industrial dispute act മനസ്സിലായില്ലേ പക്ഷേ റെയിൽവേയിൽ മാനുഫാക്ചറിങ് അല്ലല്ലോ പാസഞ്ചർ ഓടി വണ്ടി ഓടിക്കല്ലേ അത് സർവീസ് അല്ലേ അത് സോ അവരുടെ ബോണസ് ഇസ് കാൾഡ് എ ഗ്രീഷ്യ ഒരു ഇൻസെന്റ് അവരെ സന്തോഷപ്പെടുത്താൻ വേണ്ടി ഒരു തുക അതന്നെ gratia okay so let me conclude this you know, employee benefits are an integral part of the salary system. Employee benefits take care of employees of their present as well as future needs. Employee benefits raise productivity of employees. Next, employees benefits keep employees motivated as they feel relaxed and secure. അപ്പൊ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല വിധത്തിൽ ഒരു ശമ്പളം ഉണ്ട് എങ്കിൽ നമ്മൾ നമുക്ക് സെക്യൂരിറ്റി ജോബ് ഉണ്ടാവും ലൈഫ് വളരെയധികം നല്ലതായിരിക്കും ഫാമിലി നമ്മുടെ ചിൽഡ്രൻ പ്രോപ്പറായിട്ട് അവരെ ചെയ്യാൻ ഗ്രൂം ചെയ്യാൻ പറ്റും എല്ലാ കാര്യം ചെയ്യുക ഇതിന് ഓരോരോ ഓർഗനൈസേഷൻ തരുന്ന ബെനിഫിറ്റ് ആണ് ഇതെല്ലാം കോർപ്പറേറ്റ് ആയിക്കോട്ടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ ഈ ബെനിഫിറ്റ് എല്ലാം to motivate the people to produce the best result that is the ultimate objective to serve the people as a corporate social responsibility ഇപ്പൊ സ്ത്രീകളുടെ മെറ്റർണിറ്റി ഇതൊക്കെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ ഫോർ സേഫ് ഗാർഡിങ് എന്താ പറയണ്ടേ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റും അതാണ് ഒരു കമ്പനി ആ കമ്പനി എന്നെന്നും നിലനിൽക്കും കമ്പനി സൽപ്പേരുണ്ടാവും നമ്മളെപ്പോഴും അവിടുത്തെ H R has to design very good sound personnel policy so that we can retain the talented highly skilled manpower in the company. So this chapter is over. Next. One minute rush എടുത്തോളൂ അത് കഴിഞ്ഞിട്ട് unit ten training and development unit ten this is over അതായത് ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്തത് ഇത് കഴിഞ്ഞു അല്ലേ നിങ്ങളുടെ ഏതാത് എംപ്ലോയി ബെനിഫിറ്റ് കഴിഞ്ഞു അടുത്ത unit ten training and development yes working day ആയതുകൊണ്ട് ഷോർട്ടർ നോട്ടീസ് പോകാനുള്ള കൂടുതൽ ആളില്ല തോന്നുന്നത് അല്ലേ എനിവേ പിന്നെ പോട്ടെ സാറില്ല അത് റിപ്പീറ്റ് ചെയ്യില്ല അത് വേറെ കാര്യം കാരണം സമയത്തിന്റെ അഭാവം പരീക്ഷയൊക്കെ വരുന്നില്ലേ അതുകൊണ്ട് ഞാൻ തന്നെ ഇനീഷ്യേറ്റ് ചെയ്തിട്ട് അവരോട് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി പറയുകയാണ് ചെയ്തത് അപ്പോൾ എനിക്കറിയാം പലവർക്കും വർക്കിംഗ് ഡേ ആണ് പക്ഷെ നിർത്തിയില്ല കാരണം എന്താ അറിയോ ഞായറാഴ്ചയാലും ചില സമയത്ത് ആളോട് അറ്റൻഡ് ചെയ്യുന്നില്ല ചില സമയത്ത് അറ്റൻഡ് ചെയ്യോ അറ്റൻഡ് ചെയ്തില്ല അത് വേറെ കാര്യം കാരണം എന്താ വെച്ചാൽ എക്സാമിനേഷൻ ഞാൻ ഇന്നൊരു മെയിൽ ഇട്ടിട്ടുണ്ട് അത് വാസ്തവമാണ് അതായത് വാട്സപ്പിൽ എഴുതിയിട്ടുണ്ട് പരീക്ഷ നടക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മളെ എഴുതിയല്ലാതെ മാർക്ക് കിട്ടില്ല കേട്ടോ ഞാൻ തുറന്ന് പറയാം ഇവര് നമ്മളെ പലരും ചിലർ കാണാറുണ്ട് ഞാൻ കാഷ്വൽ അപ്രോച്ചൊക്കെ കാണാറുണ്ട് കാരണം ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ പറ എന്താ പറയണ്ടത് അസൈൻമെന്റ് ഒക്കെ എടുത്തു വരും അത് ഇതിന്റെ കാര്യമല്ല ഞാൻ പറയാം എക്സാമിനേഷന്റെ കാര്യമാണ് പറഞ്ഞത് എക്സാമിന്റെ അൺലെസ് യു റൈറ്റ് പ്രോപ്പർലി നിങ്ങൾക്ക് മാർക്ക് അത്ര എളുപ്പത്തിൽ ലിബറൽ അല്ല ദയവ് ചെയ്തിട്ട് ഒരേ ഒരു റിക്വസ്റ്റ് ഞാൻ നിങ്ങളോട് പറയാനുള്ളത് യു ഷുഡ് നോട്ട് കമ്പയർ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി വിത്ത് അതർ യൂണിവേഴ്സിറ്റി ഐദർ ഇൻ കേരള ഓർ സം അതർ തമിഴ്നാട് ബേസ്ഡ് കോളേജ് എവാലുവേഷൻ വളരെ സിസ്റ്റമാറ്റിക് ആണ് അറിയാൻ even peak pa pandemic period also, they conducted offline examination. മനസ്സിലായോ അപ്പോ അല്ലാതെ ഒരു കുട്ടി ചോദിച്ച മാതിരി ആവില്ല ഏതോ ഒരു സ്റ്റുഡന്റ് എന്നോട് ലേണർ ചോദിച്ചു ഓ സാറേ ഈ മാർക്കെല്ലാം കിട്ടി ഇതൊക്കെ കാഷ്വലായിട്ട് തോ അവര് ചുമ്മാ ചുമ്മാ ഇട്ടതായിരിക്കില്ല ചുമ്മയൊന്നും ഇടില്ല ദയവ് ചെയ്തിട്ട് ഞാൻ പറയുന്നു ചുമ്മാ ഇടില്ല അവരെല്ലാം പ്രൊഫഷണൽസ് ആണ് അവര് ഇത് പ്രൊഫഷണൽ കോഴ്സാണ് ഞാൻ എഴുതിയിട്ടുണ്ട് വാട്സപ്പിലും എഴുതിയിട്ടുണ്ട് ഫോർ യുവർ ഇൻഫർമേഷൻ അറിയാത്തവരോട് പറയുക നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കേരളത്തിൽ ഇതാ ഇവിടെ മാത്രമേ ഉള്ളൂ എം പി എ മനസ്സിലായോ കേരളത്തില് നോക്കിക്കോളൂ നിങ്ങളുടെ വെബ്സൈറ്റിൽ വേറെ എവിടെങ്കിലും ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തുള്ള ദൈവത്തിന് എനിക്കറിയാം വേറെ എവിടെ അട്ടപ്പാടിയിൽ ഏതുകൊണ്ട് അവിടെ ക്ലാസ് ഒന്നും നടക്കുന്നില്ല വേറെ എം പി ഏതോ ഒരു ഇതില് പക്ഷെ വേറെ എവിടെ ഇല്ല ഇത്ര എലാബറേറ്റ് ആയിട്ട് അവിടെ ഇല്ല അനവധി കുട്ടികളുണ്ട് നമ്മുടെ പക്ഷെ എവിടെ പോകുന്നു എനിക്കറിയില്ല പക്ഷെ ഇവരുടെ ഒക്കെ അസൈൻമെന്റ് <laughs> വരുമ്പോ കാണാം ഇവരുടെ ചില ചില എത്രത്തോളം ഫോക്കസ് ഉണ്ട് എന്ന് കേട്ടോ എത്രത്തോളം ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്ന് അതിൽ കാണാം അപ്പൊ ഞാൻ എനിക്ക് പറയാനുള്ളത് as a friendly way am just telling you പഠിച്ചല്ലാതെ ഫോക്കസ് ചെയ്യാതെ മാർക്ക് കിട്ടില്ല കാരണം ഇത് എവാലുവേറ്റ് ചെയ്യുന്ന നല്ല ഹൈലി പ്രൊഫഷണലൈസ്ഡ് ആളുകളാണ് അപ്പൊ നിങ്ങൾ ശരിയ വിധത്തിൽ നിങ്ങൾ എഴുതണം അത് ചിലപ്പോൾ ബുക്കിൽ ചിലപ്പോൾ ഓൾഡ് ഇതായിരിക്കും അതിനു വേണ്ടിയിട്ടാണ് ഞാനൊക്കെ പുതിയത് തരണത് ചിലവരത് casual ah I know everything I know I have study one student was telling student was telling I just after feedback എന്താ ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ ഇങ്ങനെയുണ്ട് എന്താ സംഭവം ഇങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറയാണ്ടായി ആ ഇതൊക്കെ ഞാൻ പണ്ട് കോളേജിൽ പഠിച്ചതാണ് ഗ്രാജുവേഷനിൽ ഒന്ന് എനിക്ക് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യാൻ എവിടെ നിന്ന് നിങ്ങൾ ഈ മാസ്റ്റർ ഡിഗ്രി എങ്ങനെ പോസ്റ്റ് ഗ്രാജുവേഷനിൽ പഠിച്ചു എവിടുന്ന എം ബി എ പഠിച്ചു ആ കുട്ടി പറയേ ഞാൻ ഒന്നും മിണ്ടിയില്ല ഞാൻ ആ കുട്ടി പറയടേ ഞാൻ ചോദിച്ചു ഓ അവിടെ ഫീൽ ഇനി ഡിഫിക്കൽട്ടി എന്തെങ്കിലും ഉണ്ടോ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞു ആ ഇതെല്ലാം ഞാൻ ഗ്രാജുവേഷനിൽ പഠിച്ചു ഏത് ഗ്രാജുവേഷനാണ് എം ബി എ പഠിക്കുന്നത് നിങ്ങൾ ഞാൻ എം ബി ബി എ ആയിക്കോട്ടെ എം ബി എ ആയിക്കോട്ടെ ഞാനും പ്രിൻസിപ്പൾ ആയിരുന്നു എം പി എ കോളേജിൽ പതിനാറ് കോളേജിൽ എന്തായില്ലേ എവിടെ പഠിക്കുന്ന നിങ്ങൾ എം പി എ ഇതിലെ പഠിപ്പിക്കുന്ന ഇവൻ നമ്മുടെ ഇഗ്നുവിന്റെ വേറെ സെന്ററിലും അതെ ഞാൻ എത്രയോ ക്ലാസ്സസ് ഉണ്ട് മറ്റേ അതർ റീജിയൻ അത് നമ്മുടെ അപ്പൊ ഈ കോഴ്സ് എവിടെ എവിടെയെങ്കിലും പഠിക്കാൻ ആ കുട്ടി ചോദിക്കണ അതുകൊണ്ട് ഒന്ന് കാറ് പറയുമ്പോൾ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ പറ്റും എന്താ റീഫ്രഷ് എന്തായാലും അർത്ഥം റീഫ്രഷ് ആൾറെഡി ആൾറെഡി ഇതെല്ലാം പഠിച്ചതാണ് എപ്പോ അതാണ് ഞാൻ ചോദിക്കുന്നത് എപ്പോ പഠിച്ചത് ഇത് നല്ല പ്രൊഫഷണൽ കോഴ്സാണ് നന്നായി ശ്രദ്ധിക്കണമെന്ന് മാത്രം പറയും എന്തോ ആയിക്കോട്ടെ എന്തോ പറഞ്ഞോട്ടെ അതിനെ പറ്റിയിട്ടല്ല നമുക്കറിയില്ല എന്താ ഇതിൽ ഇത് ഒരു ഓഷ്യനാണ് മറക്കരുത് ഈവൻ നിങ്ങളുടെ സ്റ്റുഡൻറ്റിന് ഒരു കുട്ടി ഇതിൽ പി എച്ച് ഡി ചെയ്യുന്നുണ്ട് എം പിയില് അപ്പോൾ അത്രത്തോളം പ്രാധാന്യപ്പെട്ട ഇതാണ് കോഴ്സസ് ആണ് ഇതൊക്കെ നിങ്ങൾ മാത്രമല്ലല്ലോ നമ്മൾ പാസ്സായ പോലല്ലോ മാസ്റ്റർ ഡിഗ്രി എങ്ങനെയും കിട്ടും ചില സമയത്തേ പക്ഷെ അവിടെ പോയിട്ട് ജോലി ചെയ്യണ്ട നിങ്ങൾ ഇതാ അടുത്ത് പോകുന്നത് training and development I have written three books about this which is prescribed by the university for M B A final year student training and development it is lie here എണ്ണൂറ്റി മുപ്പത്തി ആറ് എണ്ണൂറ്റി മുപ്പത്തി എത്രയുണ്ട് സ്ഥാനം ഞാൻ മൂന്ന് ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് already several several lakh study studied my training and development book അതിനെപ്പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല ഞങ്ങളുടെ ബുക്കിൽ മാത്രമേ പറയുന്നുള്ളൂ ഞാൻ എഴുതിയിട്ടില്ല ഒന്നുമില്ല അത് പോട്ടെ ഞാൻ senior training officer in the government ആക്ടി അതും ഞാൻ പറയുന്നില്ല ഞാൻ നിങ്ങളുടെ ബുക്കിൽ എഴുതുന്നത് മാത്രം പറയട്ടെ നോക്കൂ unit ten training and development എത്രത്തോളം സമയമുണ്ട് അത്രത്തോളം ട്രെയിനിങ് എസെൻഷ്യൽ ആണ് training, your existing knowledge and required knowledge, there is a gap. നിങ്ങളെ പഠിച്ച നോളജ് നിങ്ങൾ ജോലി ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് പഠിച്ച നോളജ് കുറച്ചുണ്ട് പക്ഷെ അവിടെ ആ നോളജ് പോരാ there is a gap to fill that gap training is given on the job by the company അപ്പോ എനിക്ക് എല്ലാം അറിയാം എന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റില്ല കാരണം എല്ലാ പ്രൊഫഷണലിലും ട്രെയിനിങ് ഉണ്ട് ബാങ്കിലുണ്ട് ട്രെയിനിങ് സ്റ്റാഫ് ട്രെയിനിങ് കോളേജിൽ പോകാതെ പറ്റില്ല ഐ എ എസിലുണ്ട് ഐ പി എസിലുണ്ട് ഐ എല്ലാം ട്രെയിനിങ് ഉണ്ട് ഇത് അപ്പൊ ട്രെയിനിങ് പറഞ്ഞ ഓൺ ദ ജോബാണ് ആ ജോലി ചെയ്യാനുള്ള ഇത് ഇപ്പൊ ടീച്ചർക്കുണ്ടല്ലോ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന്റെ ഇല്ലേ പലതും ഇല്ലേ നിങ്ങളല്ലേ ടീച്ചർ ആവുന്നത് അല്ലെങ്കിൽ എം ഫിൽ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അതും ട്രെയിനിങ് അല്ലേ no training education and development training education and development training is on the job ഇപ്പൊ ജോലി ചെയ്യുന്നത് ചെയ്യാൻ അറിയില്ലെങ്കിൽ അത് ചെയ്യിക്കാനാണ് ട്രെയിനിങ് കൊടുക്കുന്നത് നിങ്ങൾ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ വെച്ചിരിക്കുക ആ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ജോലി അറിയില്ല കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ പഠിപ്പിക്കുന്നില്ലേ അത് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ലേണിംഗ് പ്രോസസ് പിന്നീട് നിങ്ങൾ പറയാം പഠിച്ചുകൊണ്ടിരിക്കുന്നു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു development for future training is for present development for future അപ്പൊ the existing knowledge which you are having at present is not sufficient to meet the future challenges. Manasilayo. Adi ningala mathrala endi existing knowledge which people are having is not sufficient to meet the future challenges because modern world is the world of specialization. വളരെ വളരെ അധികം നോളജ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ പോണം മനസ്സിലായോ അതല്ലെങ്കിൽ നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റാതെ വരും മനസ്സിലായില്ലേ അപ്പോ training is a must training is the act of increasing the knowledge and technical skills of an employee ഇത് നിങ്ങളുടെ ബുക്കൊന്നല്ല for doing a particular job efficiently എൻ്റെ ബുക്കൊന്നുമല്ല നിങ്ങളുടെ ബുക്കൊന്നുമല്ല കേട്ടോ അതായത് training is the act of increasing the knowledge and technical skills of an employee for doing a particular job efficiently ഓരോരോ കമ്പനി ട്രെയിനിങ്ങിന് വേണ്ടി ബഡ്ജറ്റ് തീരുമാർക്ക് ചെയ്യുന്നുണ്ട് ഒരിക്കലും ഒരു കമ്പനിക്ക് ഈ ട്രെയിനിങ് എന്തിനാ പൈസ ചെലവഴിക്കുന്നത് പറഞ്ഞത് അതല്ല എംപ്ലോയീസിന് നോക്കുക മാത്രമല്ല നിങ്ങൾ കുറെ വർഷങ്ങൾ ജോലി ചെയ്താലും ശരി നിങ്ങൾക്ക് റീഫ്രഷർ കോഴ്സ് കൊടുക്കണം പുതിയ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം നിങ്ങളൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണെങ്കിലും ശരി പുതിയ പുതിയ കൺസെപ്റ്റ് വരുന്നുണ്ട് അക്കൗണ്ടൻസിയിൽ സീറോ ബേസ് ബഡ്ജറ്റിങ് ആ ബേസ് പല കോർപ്പറേറ്റ് ലോസ് അതൊക്കെ ഉണ്ട് അതൊക്കെ അറിഞ്ഞിരിക്കണം അത് റീഫ്രഷർ കോഴ്സ് വേണം അത് ട്രെയിനിങ്ങിലൂടെ ഇതൊക്കെ സാധിക്കും കേട്ടോ പിന്നെ training employees systematic procedure whereby employees are imparted technical knowledge and skill for specific job okay it emphasise improvements of the ability of employees to handle specific job and operations more effectively. Education എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് പറഞ്ഞു എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ടില്ലേ ട്രെയിനിങ് പല വിധത്തിലുണ്ട് എഡ്യൂക്കേഷൻ പറഞ്ഞാൽ അത് it is a continuous process till end of your life okay education എന്ന് പറഞ്ഞാൽ it is a continuous process till end of your life മറക്കരുത് കാരണം നമ്മൾ ദിനം പ്രതി ഓരോന്നോരോന്ന് പഠിച്ചുകൊണ്ടേയിരിക്കുന്നു മനസ്സിലായില്ലേ അപ്പോ education is a broader in scope than training education പറഞ്ഞാൽ ജനറൽ ആണ് കേട്ടോ ട്രെയിനിങ് പറഞ്ഞാൽ ഈ വളരെ റിലവൻ്റ് ആണ് training so training is try to goals and organisation training ഓരോരോ ഓർഗനൈസേഷൻ്റെ ഗോൾ അനുസരിച്ചിരിക്കും പിന്നെ ഡെവലപ്മെന്റ് പറഞ്ഞാൽ management development future supervisory skills നിങ്ങളുടെ ഫ്യൂച്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ഡെവലപ്മെന്റ് നോ പിന്നെ ഇവിടെ പറയാനുള്ളത് every organisation need to be well trained നല്ല ട്രെയിൻ ചെയ്ത എക്സ്പീരിയൻസ്ഡ് ആയ ആളുകളാണ് നിങ്ങളുടെ ഐ ടി കമ്പനി പോയി നമുക്ക് ട്രെയിനിങ് ഇല്ലാണ്ട് അവിടെ പോകാൻ പറ്റുമോ ഇൻഫോസിസിലെ ആറുമാസം ട്രെയിനിങ് മൈസൂർ അവരുടെ ക്യാമ്പസിൽ നിന്ന് നിങ്ങൾ ഇൻഫോസിൽ ഒരാൾക്ക് ഉള്ളിൽ കിടക്കാൻ പറ്റില്ല ആറുമാസം ട്രെയിനിങ് എടുക്കാതെ അവിടെ പരീക്ഷ നടത്തി അതിൽ പരീക്ഷയിൽ പാസ്സായില്ലെങ്കിൽ തോറ്റിട്ടുണ്ടെങ്കിൽ രണ്ടാമതും പരീക്ഷ എഴുതിയിട്ട് പാസ്സായി അല്ലാതെ ഇൻഫോസിസിൽ ജോലി കിട്ടില്ല അതുവരെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റൈപ്പൻഡ് കിട്ടും മനസ്സിലായ അപ്പോ every organisation needs to have well trained and experienced people എല്ലാവരും ഇതേമാതിരി അപ്പൊ നമ്മുടെ എല്ലാം ഉണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിലും ഉണ്ടല്ലോ ഓരോ ഐ എം ജി മറ്റേതൊക്കെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ എല്ലാം ഇതെല്ലാം പഠിപ്പിക്കുന്ന തന്നെയല്ലേ ഓക്കെ പിന്നെ experience people to perform the activities required to be especially പ്രൈവറ്റില് ഇതെല്ലാം വളരെ അത്യാവശ്യമാണ് കാരണം എന്താ വെച്ചാൽ പ്രൊട്ടക്ടിവിറ്റി ഇല്ല എന്നങ്ങ് വലിച്ചെറിയാവര് ഗവൺമെന്റിൽ അങ്ങനെയല്ല ചില സമയത്ത് വിളിപ്പിച്ചു വിടാനും പറ്റില്ല അങ്ങനെയല്ല അങ്ങനത്തെ ചാവൂല ജീവിക്കൂല അങ്ങനത്തെ നമ്മുടെ ചില സമയത്ത് പ്രൈവറ്റിലെടുത്ത് വലിച്ചെറിയും നമ്മളെ നമുക്ക് കഴിവില്ല എന്നുണ്ടെങ്കിൽ ബോണസും കിട്ടില്ല യാതൊന്നും കിട്ടില്ല അതേമാതിരി വളണ്ടറി റിട്ടയർമെന്റും എടുത്ത് പോകോളം അറിയും ഗവൺമെന്റിൽ അങ്ങനെയല്ല പിരിച്ചു വിടണമെങ്കിൽ ഒരു കൊല്ലം പിടിക്കും പ്രോസസ്സ് അതേമാതിരി ലെറ്റർ അതിൻ്റെ യൂണിയൻ ഇന്റർഫിയറൻസ് ഇങ്ങനെയൊക്കെ വരും അപ്പൊ എന്തുണ്ടറിയോ the productivity is not the even പത്ത് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം വരെ ഉണ്ടാവും നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഏത് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഞാൻ സെൻട്രലിന്റെ പറഞ്ഞില്ല സ്റ്റേറ്റ് ഗവൺമെന്റ് ഒക്കെ കാരണം എത്രത്തോളം സിൻസിയാരിറ്റി ഉണ്ട് ചില സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അത് കൾച്ചർ അങ്ങനെയാണ് കാരണം ഈ മനസ്സിൽ ഇത് വരികയാണ് എന്താ അറിയുക ജോലി ചെയ്താലും ജോലി ചെയ്തില്ലെങ്കിൽ എനിക്ക് ശമ്പളം കിട്ടും ആ മനസ്സിൽ എപ്പോഴുണ്ട് നിങ്ങളുടെ മനസ്സിൽ തന്നെ തെറ്റ് അങ്ങനെയല്ല you are getting salary from the tax payer so you should be loyal to the society and you to render the best service always you should not see what others are doing, whether they are working or not working, whether they are uh, affiliated to union or something, or let them do whatever they want. You do whatever you are required to do. മനസ്സിലായോ അപ്പോ അതാണ് നിങ്ങൾ ചെയ്യുന്നത് കാരണം work satisfaction is very very essential when you go back to your house yes I have done something or I have helped this much people അല്ലെങ്കിൽ പൂവർ പീപ്പിളിനെ ഇതേമാതിരി നമ്മൾ ആ സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് വേറെ ഒരു വിധത്തിലും നിങ്ങൾക്ക് കിട്ടില്ല ഓക്കെ ഇനി ജോബ് റീഡിസൈനിങ് റാപ്പിഡ്ലി ആ വേറൊരു കാര്യം നമ്മുടെ rapidly change in technological you know lot of changes are taking place unless you are trained then what can you do പണ്ട് നമ്മുടെ കമ്പ്യൂട്ടർ ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ഇപ്പൊ എങ്ങനെ എല്ലാം കമ്പ്യൂട്ടറിലല്ലേ അപ്പൊ എങ്ങനെ ഇപ്പൊ നമ്മുടെ അക്ഷയ അതേമാതിരികള് ഒക്കെ ട്രെയിൻ ചെയ്തിട്ടുള്ള ആളുകള് ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ വേറെ സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ അപ്പോൾ റിസർവേഷൻ കൗണ്ടറിൽ പോയിക്കോളൂ റെയിൽവേയിൽ പോയിക്കൊള്ളൂ ഇതൊക്കെ വെൽ ട്രെയിൻ ചെയ്ത ആളുകളാണ് മനസ്സിലായില്ലേ അതേമാതിരി ഇപ്പൊ നിങ്ങൾ ഐ എസ് ആർ പോയാലും അവിടെ പെട്ടെന്ന് ഒരു സയന്റിസ്റ്റ് അവർ പെട്ടെന്ന് റോക്കറ്റ് പോകാൻ പറ്റില്ല പഠിച്ച് പഠിച്ച് ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്തിട്ടല്ലേ ഞാൻ പെട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ട്രെയിനിങ് ഇസ് എ മസ്റ്റ് അപ്പോൾ മണി ഇൻവെസ്റ്റഡ് ഇൻ ട്രെയിനിങ് അത് വള നിങ്ങൾക്ക് ഒരിക്കലും ലോസ് ആവില്ല അത് ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ ഗുണം കാണിക്കും മനസ്സിലായില്ലേ പക്ഷേ ട്രെയിനിങ്ങിന്റെ ബഡ്ജറ്റ് വളരെ കമ്മിയായിട്ടാണ് സാധാരണ ഓരോരോ കമ്പനി കൊടുക്കുന്നത് അവർ നെഗ്ലക്ട് ചെയ്യണം ഇതിന്റെ ഏരിയ അത് ശരിയല്ല കാരണം ആ കമ്പനിക്ക് പുരോഗതി ഉണ്ടാവില്ല നോക്കൂ പണ്ട് അനലോ ടെക്നോളജി ആയിരുന്നു ഐ ടിയിൽ ഇപ്പൊ ഡിജിറ്റൽ ടെക്നോളജി നിങ്ങൾ ട്രെയിനിങ് കൊടുത്തില്ലെങ്കിൽ ആളുകൾ പിന്നെ ഒന്നില്ലെങ്കിൽ രാജിവെച്ച് പോകണമെങ്കിൽ വേറെ ആളുകൾ എടുക്കും അത്രയല്ലേ ഉള്ളൂ അപ്പൊ ഓരോരോ പിന്നെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിച്ചോളൂ ഓരോരോ കൊല്ലം യൂണിവേഴ്സിറ്റിയിലെ നമ്മുടെ പ്ലേസ്മെന്റിൽ ഓരോരോ റിക്വയർമെന്റ് ആണ് ചിലത് മെക്കാനിക്കൽ എഞ്ചിനീയർക്കാണ് ചിലത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് ചിലത് വേറെ വേറെ ആർക്കിടെക്ട് ആർക്കിടെക്ടിന്റെ വേറെ എന്തിന്റെ നമ്മൾ അതനുസരിച്ച് നമ്മൾ ചേഞ്ചസ് വരണം ട്രെയിനിങ് കൊടുക്കണം പലതും കൊടുക്കണം മാറ്റങ്ങൾ വരുത്തണം മനസ്സിലായില്ലേ അപ്പോ അടുത്ത point training education and development three terms പിന്നെ frequent used training education and development കുറച്ചു മുമ്പേ പറഞ്ഞു ഞാൻ on the face of it അപ്പൊ എന്താണ് ട്രെയിനിങ് എന്ന് വെച്ചാൽ training is a process of training a sequence of programmed behaviour training calendar ഉണ്ടാവും ഓരോരോ കമ്പനിയിലെ ട്രെയിനിങ് കലണ്ടർ ഉണ്ട് അതായത് ഒരു കൊല്ലത്തിൽ എന്തെല്ലാം ട്രെയിനിങ് നടത്തുന്നതിന്റെ കലണ്ടർ ഉണ്ട് അപ്പോ അതില് അത് എച്ച് ആർ മാനേജറാണ് ചെയ്യാൻ ട്രെയിനിങ് ഓഫീസർ ഉണ്ടായിരിക്കുക എന്റെ കയ്യില് അവരെ ആരാണ് ആർക്കൊക്കെ വേണ്ടത് ഏതെല്ലാം കലണ്ടറിൽ അവരുടെ ഓരോരുത്തരുടെ വീക്ക്നെസ് കമ്മ്യൂണിക്കേഷൻ്റെയാണോ ഇംഗ്ലീഷിന്റെ ആണോ വേറെ എന്തെങ്കിലും ആണോ ബിഹേവിയർ ആയിട്ടാണോ ചില സമയത്ത് വേറെന്താ ഡ്രഗ്സ് മറ്റേതൊക്കെ ഉണ്ട് അതിൽ അതിൽ നിന്നൊക്കെ വേണ്ടി അവർ നല്ല വർക്കറാക്കിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോ ട്രെയിനിങ് അതായത് പ്രോഗ്രാംഡ് ബിഹേവിയർ വിൽ ചേഞ്ച് അവിടുത്തെ training behaviour will change automatically okay it is an application of knowledge അവർക്ക് നമ്മൾ പല വിധത്തിൽ പറഞ്ഞു കൊടുക്കുന്നു അവയർനെസ് കൊടുക്കുന്നു കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞു കൊടുക്കണോ നിങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്ന ഈ റൂൾസ് ഉണ്ട് ഇവിടെ ഇതൊക്കെ ശ്രദ്ധിക്കണം സ്മോക്കിംഗ് പാടില്ല വേറെ ഒന്നും പാടില്ല ഓരോ അങ്ങനെ പല പല പല പല കാര്യങ്ങളുണ്ട് സ്ട്രക്ചർ ഇതാണ് നിങ്ങൾ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക അതാണ് training next development development is related to process okay it covers not only those activity which improve job performance but also those that bring about growth of personality നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതാണ് ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് എങ്ങനെയാണ് പറയാം ചിന്തിച്ചോളൂ ഇത് ബുക്കിലുള്ളതല്ല ജോ നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യണം നോളജ് ഇമ്പ്രൂവ് ചെയ്യണം മനസ്സിലായില്ലേ അതില്ല എങ്കിൽ നിങ്ങൾ കൊടുത്തില്ല മനസ്സിലായോ അതായത് ഇപ്പൊ നിങ്ങൾ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരോ ഉദ്ദേശം ഓരോരുത്തർ പലതും സിവിൽ സർവീസ് ഒക്കെ അറിയാം എനിക്കറിയാം ഓരോരുത്തരും പല വിധത്തിലൊക്കെ പഠിക്കുന്നുണ്ട് നല്ല കാര്യമാണ് അത് നല്ല നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്യുന്ന എല്ലാം വളരെ സീനിയർ ആയിട്ടുള്ള ആളുകൾ ഇതെല്ലാം ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടല്ലേ കരിയർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടല്ലേ ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നത് പഠിക്കുന്നതൊക്കെ അത് ആവശ്യമാണ് പിന്നെ വേറൊരു കാര്യം നിങ്ങളുടെ നോളജിന് വേണ്ടി എൻ്റെ ഒരു പ്രാക്ടിക്കൽ ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ട് ഇത് പറയണം യു ആൾവേസിനോ നമ്മളെ ഇവിടെ നിന്ന് എം എസ് സിയോ എം കോമോ അതൊക്കെ പഠിച്ചു ഒക്കെ വാസമാണ് നല്ല കാര്യം നല്ല യൂണിവേഴ്സിറ്റി എല്ലാം പോട്ടെ കേരളത്തിലെ എല്ലാം നല്ല തന്നെ ഞാൻ അതിനെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത് പക്ഷേ എന്താ ഞാൻ ആദ്യം പറഞ്ഞത് your existing knowledge is not a sufficient to meet the future challenges ahead മനസ്സിലായില്ലേ അപ്പോ നമ്മളെ ഓരോരോ പൊസിഷൻ ഹാൻഡിൽ ചെയ്യണം വെച്ചാൽ അതനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻ വേണം എക്സ്പീരിയൻസ് വേണം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഓരോരോ ഫീൽഡിലും ജോയിൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായ എക്സ്പീരിയൻസ് വേണം experience will make man perfect അതേമാതിരി നിങ്ങളിപ്പോ ഒരു പ്രൊബേഷണറി ഓഫീസർ അയച്ചാൽ നിങ്ങളുടെ ആഗ്രഹം അടുത്തത് അത് റെഗുലർ ആവാനും ജോബ് റെഗുലർ ആകാനും അത് കഴിഞ്ഞിട്ട് പിന്നെ ബാങ്ക് മാനേജറുടെ പോസ്റ്റോ വേറെ എന്തെങ്കിലും ഡെപ്യൂട്ടി മാനേജറോ വേറെ അസിസ്റ്റന്റ് മാനേജറോ അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ അപ്പൊ അതിന് ക്വാളിഫിക്കേഷൻ വേണം അപ്പൊ അത് പഠിക്കണം അപ്പൊ അതാവും പിന്നെ വേറെ എന്തെങ്കിലും വേറെ പഠിക്കണം അങ്ങനെയൊക്കെയാണ് ഞാനും ഒക്കെ വളർന്നു വന്നത് മനസ്സിലായില്ലേ ആയി ഇല്ലെങ്കിൽ ആ ജോലി കിട്ടില്ല മനസ്സിലായില്ലേ ഉദാഹരണം എയ്റ്റി നയനില് പല ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ എയ്റ്റി നയനിൽ അതേമാതിരി നമ്മള് എനിക്ക് അവിടെ അസിസ്റ്റന്റ് റിസർട്ട് റാങ്കിൽ അവിടെ അസിസ്റ്റന്റ് ഓഫീസറുടെ ഒരു ഇതുണ്ടായിരുന്നു അപ്പൊ അതനുസരിച്ച് അവിടെ അപ്പൊ ഗ്രാജുവേഷൻ എനിക്ക് I was not allowed to learn കാരണം സം ന്യൂറോളജിക്കൽ പ്രോബ്ലം ഉണ്ടായിരുന്നു പഠിക്കാൻ എന്നെ അനുവദിച്ചില്ല ഡോക്ടറെ അപ്പൊ അങ്ങനെ പിന്നീട് അപ്പൊ എനിക്ക് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ലേറ്റ് ആയി വെച്ചാൽ പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ബോംബെ യൂണിവേഴ്സിറ്റിയിൽ അപ്പൊ ആ അവസാനം ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഗ്രാജുവേറ്റ് ആവണം ഗസറ്റഡ് റാങ്കിൽ വേണം എന്നുണ്ടെങ്കിൽ അസിസ്റ്റന്റ് ഓഫീസർ ആവണമെന്ന് വെച്ചാൽ ഇത് വേണം മറ്റേ ഗ്രാജുവേഷനോ പുള്ളാടി ഗ്രാജുവേഷൻ എടുത്തു അപ്പോൾ അസിസ്റ്റന്റ് ഓഫീസറായി പിന്നെ സീനിയർ ആണെന്ന് വെച്ചാൽ മാസ്റ്റർ ഡിഗ്രി വേണം അപ്പൊ മാസ്റ്റർ ഡിഗ്രി എടുത്തു അപ്പൊ അത് കഴിഞ്ഞ് ഡെപ്യൂട്ടി മാനേജർ ആവണം വെച്ചാൽ വേറെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ വേണം അതെടുത്തു അങ്ങനെ ഓരോന്ന് ഓരോന്നെടുത്ത് എടുത്ത് ദെൻ മാനേജർ ആവുമ്പോൾ വേറെ ഡിഗ്രി വേണം അപ്പൊ അഡീഷണൽ എടുത്തു പിന്നെ പ്രൊഫഷണൽ ഡിഗ്രി വേറെ വേണം അപ്പൊ ആ പ്രൊഫഷണൽ ഡിഗ്രി എടുത്തു അപ്പോൾ അതനുസരിച്ച് നമ്മൾ മേപ്പെട്ട് മേപ്പെട്ട് മേപ്പെട്ട് മേപ്പെട്ട് കയറിയുന്നു അപ്പൊ എന്താണെന്ന് മനസ്സിലായത് എന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് you have to watch the situation unless you know you are equipped with adequate qualification or experience in the relevant area നിങ്ങൾക്ക് മറ്റുള്ള ഇത് ലാഡർ ഏണിയിൽ കയറാൻ പറ്റില്ല അപ്പൊ അതനുസരിച്ച് കയറി കയറി കയറി കയറി വരണം അതനുസരിച്ച് എക്സ്പീരിയൻസും നോളജും ഇതെല്ലാം നിങ്ങൾ കൂട്ടി കൂട്ടി വരണം എഡ്യൂക്കേ അല്ലാതെ നമ്മൾ പഠിച്ചോട്ട് അവിടെ തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ നിൽക്കും കാരണം പണ്ട് റെയിൽവേയിലെ ലോവർ ഡിവിഷൻ ക്ലർക്കായിട്ട് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഒരു ജോയിൻ ചെയ്ത ആള് ലോവർ ഡിവിഷൻ ക്ലർക്കായിട്ട് റിട്ടയർ ചെയ്യണ അറുപത് വയസ്സിൽ റിട്ടയർ ചെയ്യണ കാലങ്ങളുണ്ടായിരുന്നു അതല്ലല്ലോ ഈ കാലം അപ്പൊ നമുക്ക് എത്രയോ സൗകര്യങ്ങളുണ്ട് പഠിച്ചുകൊണ്ടേയിരിക്കുക നല്ലതായിട്ട് വരും പോട്ടെ of course it is up to you people then ഡെവലപ്മെന്റിനെ പറ്റി ഞാൻ പറഞ്ഞു പിന്നെ എഡ്യൂക്കേഷനെ പറ്റിയിട്ട് പറഞ്ഞു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം education is a continuous process there is no end എവിടെ നിന്ന് നിങ്ങൾക്ക് നോളജ് കിട്ടുമോ അതെല്ലാം നിങ്ങൾക്ക് അത് നമ്മൾ നോളജ് അല്ലെ നമ്മൾ എന്താ പറയണ്ടേ പ്രൊസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അത് പ്രയോജനമായിട്ട് വരും നോളജ് കേട്ടോ കാരണം എന്താ വെച്ചാൽ uh, if you want, when you face people, unless you are, you know, well equipped, sometimes if, when they are something, you know, if the, it is incorrect also, you will agree to that actually. But if you know everything, then you can also challenge, no, it is not correct. For that, in the relevant area, നല്ല ഡൊമൈൻ നോളേജ് വേണം എന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പൊ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആയി പിന്നെ വേറൊരു കാര്യം ആരൊക്കെയാണ് ട്രെയിനിങ് കൊടുക്കുന്നത് ട്രെയിനിങ് കൊടുക്കുന്നത് നോൺ മാനേജീരിയൽ സ്റ്റാഫാണ് വർക്കേഴ്സിന് അല്ല മറ്റവർക്കുണ്ട് ഞാൻ അതിനെ പറ്റിയിട്ടല്ല പറഞ്ഞത് പക്ഷെ മാക്സിമം വർക്കേഴ്സിന് അവർക്ക് അല്ലെങ്കിൽ അറിയില്ല കാരണം എന്തെങ്കിലും തെറ്റുകൾ വരും ആക്സിഡന്റ് വരും അവരൊക്കെ വർക്കേഴ്സിന് പ്രത്യേകം ശ്രദ്ധിക്കണം അവര് മറ്റുള്ളതൊക്കെ എഞ്ചിനീയേഴ്സ് ഒക്കെ ആയിരിക്കും അപ്പൊ അവർക്ക് കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ അറിയും വർക്കേഴ്സിന് ട്രെയിനിങ് കൊടുക്കണം നോൺ മാനേജീരിയൽ പേഴ്സണൽ ഡെവലപ്മെന്റ് കൊടുക്കേണ്ടത് മാനേജർ ലെവൽ മാനേജീരിയൽ ആണ് ഡെവലപ്മെന്റ് നമ്മുടെ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാം പുറത്തു പറഞ്ഞിട്ട് ട്രെയിനിങ് കൊടുക്കുക അതൊക്കെ സീനിയർ ലെവലിലെ ആളുകൾക്ക് അടുത്തത് ട്രെയിനിങ് ടെക്നിക്കലായിട്ടുള്ള ആളുകൾക്ക് പിന്നെ മെക്കാനിക്കലായിട്ടുള്ള ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കണം mechanical operation electrical operation generator അത് ഇത് ട്രെയിനിങ് കൊടുക്കണം പക്ഷേ training should be given under the guidance of an experienced officer engineer next അപ്പോൾ ഇവിടെ നമ്മുടെ ട്രെയിനിങ്ങില് പിന്നെ ഈ മാനേജർക്ക് തിയറിറ്റിക്കൽ കൺസെപ്റ്റ് ഒക്കെയാണ് അവർക്ക് ആവശ്യം പിന്നെ ട്രെയിനിങ് കൊടുക്കുന്നത് സ്പെസിഫിക് ജോബ് റിലേറ്റഡ് ആണ് ഓരോരോ ട്രെയിനിങ് കൊടുക്കുന്നത് ജോബ് റിലേറ്റഡ് അപ്പൊ നിങ്ങൾ ഐ എ എസ് എന്താണ് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നല്ലേ ഐ പി എസ് എങ്ങനെ തോക്ക് പിടിക്കേണ്ടത് എങ്ങനെ ട്രക്കിങ് ചെയ്യേണ്ടത് എങ്ങനെ ചാടേണ്ടത് എങ്ങനെ ഓടേണ്ടത് അല്ലേ അപ്പൊ ഐ എഫ് എസ് ഫോറിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് കോൺസുലേറ്ററിൽ എന്താ അവിടെ പോകുമ്പോൾ എന്താ ചെയ്യേണ്ടത് അതല്ലേ അപ്പോ ഇവിടെ എന്താണ് നിങ്ങൾ പറയുന്നത് സ്പെസിഫിക് ജോബ് റിലേറ്റഡ് ആണ് ട്രെയിനിങ് പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞത് ജനറൽ നോളജ് ആണ് ഡെവലപ്മെന്റ് നെക്സ്റ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ആണ് ട്രെയിനിങ് ഇൻഡെഫിനിറ്റ് ആവില്ലല്ലോ അഞ്ച് മാസം ആറ് മാസം ഐ എസ് ആറ് മാസമേ ഉള്ളൂ ബാങ്കിങ്ങിനെ ആയിക്കോട്ടെ കുറച്ച് രണ്ടോ മൂന്നോ എന്തോ മാസം എന്തോ സംതിങ് എന്നേ ഉള്ളൂ training is short period but development is for longer period okay longer period just 10 minutes more eh? then training development എന്താണ് ഗുണമെന്ന് അതായത് ട്രെയിനിങ് എല്ലാവരും കൊടുക്കേണ്ടതാണ് പിന്നെ സ്പെസിഫിക് എബിലിറ്റീസ് ഉണ്ടാവും അതുകൊണ്ട് ഓരോരോ ഇൻഡിവിജ്വലിന് പിന്നെ യെസ് നമ്മൾ ഡിസേർവ് ചെയ്യുന്ന ഇൻപുട്ട് അവർക്ക് അവർക്ക് അവർക്ക് സോറി ഔട്ട്പുട്ട് നമുക്ക് തരാൻ പറ്റും അവർക്ക് പിന്നെ training is mostly a preparation to meet individual present need yes പ്രസന്റിൽ നമുക്ക് എന്താണ് അയാളെ ഒരു ജോലി ചെയ്യാൻ അറിയില്ലെങ്കിൽ ജോലി കാണിച്ചു കൊടുക്കുക ദെൻ ഇനീഷ്യേറ്റീവ് ലാർജ് ഡിപെൻഡ് ഇതെല്ലാം മാനേജ്മെന്റ് ആണ് ഇതിന് ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത് കാരണം അവിടെ അതിന് പൈസ ട്രെയിനിങ് മീൻസ് എക്സ്പെൻഡിച്ചർ ഉണ്ട് റിസോഴ്സ് ബേസിന് പൈസ കൊടുക്കണം ട്രെയിനിങ്ങിന് മനുഷ്യനെ ആളുകളെ അവിടെ നിന്ന് സ്പെയർ ചെയ്യണം പ്രൊഡക്ഷൻ നിന്ന് അപ്പൊ ഇതിനൊക്കെ പൈസയുണ്ട് അപ്പൊ അത് how much important the management is giving അത് അതും കൂടി ശ്രദ്ധിക്കണം മാനേജ്മെന്റ് എത്രത്തോളം ഇത് ചെയ്യുന്നുണ്ട് അതും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം ഇനി initiative of training largely comes from management management എന്നാണ് വരേണ്ടത് ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ് ഇമ്പോർട്ടൻസിന്റെ ട്രെയിനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് അത് ട്രെയിനിങ് ഗുണങ്ങൾ എന്തൊക്കെയാണ് അതായത് the major advantages of training to organisation could be referred to as follow one follow up of selection procedure നോക്കൂ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഓരോരോ ഇത് കഴിഞ്ഞാൽ അവരുടെ സെലക്ഷൻ പ്രൊസീജിയർ ഒക്കെ ഓരോ സ്ഥലത്ത് അവരെ ഓ എവിടെയാണ് ഡിപ്ലോയ് ചെയ്യേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം അതായത് ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇവൻ ഏതിലാണ് നല്ലത് സർക്യൂട്ട് ഡിസൈനിലാണോ മറ്റേ ഡിജിറ്റൽ ഡിസൈനാണോ അനലോഗ് ഡിസൈനാണോ ട്രെയിനിങ്ങിലൂടെ ടെസ്റ്റ് കൊടുക്കുമ്പോൾ അവന്റെ ഇൻട്രസ്റ്റ് രണ്ട് ബെറ്റർ പെർഫോം അത് പറയേണ്ട ആവശ്യമില്ല മൂന്ന് reduction of cost of production നിങ്ങൾ ട്രെയിനിങ് കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ കുറെ വേസ്റ്റേജ് നമ്മുടെ പ്രൊഡക്ഷൻ ഫ്ലോറിൽ പോയിട്ട് അതെന്ത് ചെയ്യും വേസ്റ്റേജിന് അപ്പോൾ reduction of cost of production അതും ട്രെയിനിങ്ങിന്റെ ഒരു ഉദ്ദേശമാണ് കോസ്റ്റ് പ്രൊഡക്ഷൻ പിന്നെ ട്രെയിനിങ് ഉണ്ടെങ്കിൽ ലെസ് സൂപ്പർവിഷൻ സൂപ്പർവിഷന്റെ ആവശ്യമില്ല നോക്കൂ നിങ്ങളെ ഒരു പൈലറ്റ് അനവധി ട്രെയിനിങ് കഴിഞ്ഞിട്ടല്ലേ പൈലറ്റ് ആവണം പിന്നെ പൈലറ്റിനെ സൂപ്പർവൈസ് ചെയ്യണം ഉണ്ടല്ലോ ഉണ്ടല്ലോ അതേപ്രകാരം നമ്മളിപ്പോ വല്ല ഒരു ട്രക്ക് ഡ്രൈവർ ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ എത്രയോ ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് അവർ ഇത് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് അവരൊക്കെ പ്രവേശിച്ച ഉണ്ടല്ലോ അതേമാതിരി തന്നെ കമ്പനിയിലും നിങ്ങളെ എത്രത്തോളം ട്രെയിൻ ചെയ്തു അപ്പൊ ലെസ് സൂപ്പർവിഷൻ പിന്നെ പിന്നെ സൂപ്പർവിഷൻ ആവശ്യം ചിലപ്പോൾ എന്തെങ്കിലും അവർക്ക് അറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു അപ്പൊ പറഞ്ഞാൽ മതി ഓഫീസർ അല്ലെങ്കിൽ അവര് ഡേ മിനിറ്റ് മിനിറ്റ് നമ്മുടെ അടുത്തൊന്നും ചോദിക്കില്ല അങ്ങനെ ചെയ്യണം സാറേ ഇങ്ങനെ ചെയ്യണം ചോദിക്കില്ല അവർക്കറിയാം അവസാനം കാരണം നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട് അടുത്ത് ഇൻക്രീസ് മൊറാൽ നോക്കൂ ട്രെയിനിങ് ചെയ്താലേ എന്താ ഗുണം അറിയൂ അവരുടെ മുറയിൽ കൂടും ആ ഞാൻ വെൽ ട്രെയിൻഡ് ആണ് നോക്കൂ നിങ്ങളൊന്ന് ആലോചിച്ചു ഒരു മിനിറ്റ് ഐ എ എസ് പാസ്സായി ഞാൻ എന്തുകൊണ്ട് ഐ എ എസ് പറഞ്ഞെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചില കുട്ടികൾ എനിക്കറിയാം ഐ എ എസ് സിവിൽ പരീക്ഷിക്കുന്നത് നോക്കൂ ഈ നമ്മുടെ സിവിൽ സർവീസില് സപ്പോസ് ഈ ട്രെയിനിങ് ഇല്ലേ ചേച്ചി ആറ് മാസത്തെ അവർ പെട്ടെന്ന് എന്ത് ചെയ്യും അടുത്ത അസിസ്റ്റന്റ് കളക്ടറോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കളക്ടറോ എന്തായിട്ടാണ് അവര് പോസ്റ്റിങ് എ എസ് പി ആയിട്ടാണ് എന്താ ഇവിടെ ഒന്നും ചെയ്യുക തോക്ക് പിടിക്കാൻ പോലും അറിയോ പിസ്റ്റൾ എങ്ങനെ ഇത് ചെയ്യുന്ന ഓപ്പറേറ്റ് ചെയ്യാൻ അറിയോ ആമിനേഷൻ എങ്ങനെ അതിന്റെ ഉള്ളിൽ കൂടെ ഫിറ്റ് ചെയ്യാൻ അറിയോ തരാ അപ്പൊ ട്രെയിനിങ് ആവശ്യമില്ലേ ഇത് കംപ്ലീറ്റ് അപ്പൊ എന്താ പറഞ്ഞ വെച്ചാൽ ഈ ജോലി ഇത് ചെയ്തിട്ടില്ലെങ്കിൽ അവർ ജോലി ചെയ്യാനേ നിന്ന് അറിയണം കളക്ടർ അഡ്മിനിസ്ട്രേഷനെ പറ്റി എന്താ അവർക്ക് അറിയുക അവര് ഓക്കെ പാസ്സായി മെയിൻ പാസ്സായി മറ്റേ ഇത് ഇന്റർവ്യൂ പാസ്സായി ശരി അത് അവരുടെ ബുദ്ധി ഉപയോഗിച്ചിട്ടല്ലേ പക്ഷെ ആ ബുദ്ധി പോരല്ലോ ഇവിടെ ഇവിടെ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ലോ ആൻഡ് ഓർഡർ കൺട്രോൾ ചെയ്യണം അതേപ്രകാരം ഒരു ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഹാൻഡിൽ ചെയ്യണം അതിൽ ഫ്ലഡ് വരും സുനാമി വരും മറ്റേത് വരും അതേമാതിരി കോവിഡ് വരും ഇതെല്ലാം രാത്രിയും പകല് കിടന്ന് ഓർഡറിന് അതിനുള്ള ട്രെയിനിങ് വേണ്ട capacity to get the maximum cooperation from the other people അവരുടെ കൊളിറ്റ്സ് അതിനുള്ള എബിലിറ്റി ഈ ട്രെയിനിങ്ങിലൂടെ കിട്ടൂ മനസ്സിലായോ നെക്സ്റ്റ് അപ്പൊ മുറ നിങ്ങൾക്ക് അത്തരത്തിൽ ട്രെയിനിങ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുറയിൽ ബൂസ്റ്റ് ചെയ്യും as I'm well trained so I can do എന്നുള്ളത് വരും അടുത്തത് ഓർഗനൈസേഷൻ സ്റ്റെബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഇതേമാതിരി നല്ല കഴിവുള്ള ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷന്റെ സ്റ്റെബിലിറ്റി അത് നിലനിൽക്കും ഇപ്പൊ നമ്മുടെ ബ്യൂറോക്രസി എങ്ങനെ നിലനിൽക്കുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയല്ലേ നിലനിൽക്കുന്നത് എല്ലാം ബ്യൂറോക്രസി ഇവര് ഇതെല്ലാം കലക്ടർ ആവണോ ഡയറക്ടർ ആവണോ അത് കഴിഞ്ഞു സെക്രട്ടറി ആവണോ അത് ജോയിന്റ് സെക്രട്ടറി ആവണോ അഡീഷണൽ സെക്രട്ടറി മറ്റേ ഇതെല്ലാം കഴിഞ്ഞ് ഇത് നിലനിൽക്കുന്നതുകൊണ്ട് അതേമാതിരി പിന്നെ ഓർക്കണം ഇവരിതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും ട്രെയിനിങ് ഉണ്ട് ഇവർക്ക് ഇവരെ റീഫ്രഷർ കോഴ്സ് ഉണ്ട് പിന്നീട് അവര് ലണ്ടനിലും മറ്റിടത്തോ ഓരോ സ്ഥലത്ത് പോയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് കോളേജ് മുസോറി ഇവിടെയൊക്കെ പോയിട്ട് പിന്നെയും ട്രെയിനിങ് എടുക്കുന്നുണ്ട് ലേറ്റസ്റ്റ് അവര് കൺസെപ്റ്റ് അവര് പഠിക്കുന്നുണ്ട് അങ്ങനെയാണ് ഇവര് ഓരോന്നും ഭരിക്കുന്നത് നമ്മളെ അപ്പൊ ഇതൊക്കെ ട്രെയിനിങ് എത്രത്തോളം പ്രാധാന്യമാണ് എന്ന് മനസ്സിലായോ അപ്പോ organisation stability and flexibility rigid ആവാൻ പാടില്ല ഫ്ലെക്സിബിൾ ആവണം ചില സമയത്ത് നമ്മളെ നിയമം മാത്രം ഇവിടുന്നും പോല അങ്ങോട്ടും പോല അങ്ങനെ വന്നാൽ പറ്റില്ല ചില സമയത്ത് നീ സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ പഠിക്കണം അതാണ് ഫ്ലെക്സിബിലിറ്റി അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ്സിന് ട്രെയിനിങ് കൊടുത്ത് എന്താ നമ്മൾ ഇത് ഞാൻ ട്രെയിനിങ് മറ്റവരുടെ കാര്യമാണ് പറഞ്ഞു എക്സിക്യൂട്ടീവ്സിന് ട്രെയിനിങ് കൊടുത്തുള്ള ഗുണം വെറും ജസ്റ്റ് ഒരു അഞ്ചാറ് മിനിറ്റ് കേട്ടോ പ്ലീസ് ബിയർ വിത്ത് മീ പിന്നെ കാരണം എന്താ പറയണ്ടേ the last class of two thousand twenty one kindly bear with me just maximum ten minute okay ഒരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് എന്താണ് അഡ്വാൻറ്റേജസ് ഫ്യൂച്ചറിൽ അതെ എക്സിക്യൂട്ടീവ്സിന്റെ ട്രെയിനിങ് കൊടുത്ത എന്താണ് ഗുണം ഒന്ന് increase in wage earning capacity നോക്കൂ ഈ നല്ല ഓഫീസർമാർക്ക് നല്ല ട്രെയിനിങ് കൊടുത്ത് കൊടുത്ത് കൊടുത്ത് വന്നാൽ അവർ നല്ല നല്ല പൊസിഷനിലെത്തും നല്ല കപ്പാസിറ്റി ഉണ്ടാവും അവർ ശരിക്കും എന്താ പറയണ്ടേ ശോഭിക്കും ഓരോരോ ഏരിയയിൽ അപ്പോൾ നമ്മുടെ ബാങ്കിൽ മാനേജർ ആയിക്കോട്ടെ വേണ്ടി ഏരിയ മാനേജർ ആവണ്ട് പെട്ടി ജനറൽ മാനേജർ ആവുക അങ്ങനെ ഓണർ മാനേജർ ആവും മറ്റേതാവും അപ്പൊ ഇതൊക്കെ ശോഭിക്കാനുള്ള അവസരം ത്രൂ ട്രെയിനിങ്ങിലാണ് അവർ കിട്ടുന്നത് മനസ്സിലായോ നെക്സ്റ്റ് അപ്പൊ അവരുടെ മേപ്പെട്ട ഇങ്ങനെ പോകുമ്പോ ശമ്പളം കൂടും ശമ്പളം അവര് വിചാരിച്ചമാര് ശമ്പളം കൂടും നെക്സ്റ്റ് ജോബ് സെക്യൂരിറ്റി ഓഫീസർമാർക്ക് ഇത്രയധികം നല്ല വിദ്യാസമ്പന്നരായ എക്സ്പീരിയൻസ് ആയ എക്സിക്യൂട്ടീവ്സിന് ആരെങ്കിലും വേണ്ടെന്ന് പറയൂ അത്തരത്തിലുള്ള ആളുകളല്ലേ ആവശ്യം കാരണം നോക്കൂ നമ്മുടെ ഒരു ബാങ്ക് മാനേജർ ഇപ്പം എത്രത്തോളം അയാൾക്ക് ടാസ്ക് എന്തെല്ലാം കൺട്രോൾ ചെയ്യണം ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റിലെ അവര് ഇത് കൺട്രോൾ ചെയ്യാം അത്തരത്തിലുള്ള ആളുകളെ ശമ്പളം കൊടുത്താലും അത് അവരെ നീക്കം ചെയ്യോ ഇല്ലല്ലോ well trained and they are doing their best for the institution മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് ജോബ് സെക്യൂരിറ്റീന്റെ അവർക്ക് അവരുടെ വെൽഫെയർ ശമ്പളം അതിന്റെ പുറമെ ലീവ് അതിന്റെ പുറമെ ലീവ് ട്രാവൽ കൺസെഷനകത്ത് ഇത് മെഡിക്കൽ ഫെസിലിറ്റീസ് പെൻഷൻ എല്ലാം ഉണ്ടല്ലോ അപ്പൊ അത് ജോബാണ് അതാണ് ജോബ് സെക്യൂരിറ്റി എന്തായാലേ അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഇതിലൊക്കെ ജോലി ചെയ്യുന്നത് ഇൻഷുറൻസ് ആയാലും ബാങ്കിലായാലും ശരി ഗവൺമെന്റിൽ സ്റ്റേറ്റ് ആയിരിക്കും സെന്റർ ആയിരിക്കും ഇതൊക്കെ ജോലി ചെയ്യുന്നത് അടുത്തത് chances of promotion chances of promotion പിന്നെ അതായത് നിങ്ങള് ക്വാളിഫൈഡ് ആണ് വിചാരിക്കുക അപ്പൊ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും അതിപ്പോ ഞാൻ പറഞ്ഞല്ലോ കുറക്കും നിങ്ങൾ ക്വാളിഫൈഡ് ആണെച്ചാൽ മാത്രമേ പ്രൊമോഷൻ കിട്ടൂ അല്ലാണ്ട് ഓട്ടോമാറ്റിക് പ്രൊമോഷൻ കിട്ടണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പത്ത് കൊല്ലം വെയിറ്റ് ചെയ്യേണ്ടി വരും ഹലോ അപ്പൊ നമ്മളിപ്പം ഈ ഒരു കുട്ടീനെ കണ്ടു അമ്പതാമത്തെ വയസ്സിലിരിക്കാണ് ആ കുട്ടി പ്രൊമോഷൻ കിട്ടിയിരുന്നു മനസ്സിലായില്ലേ സൂപ്രണ്ടന്റ് എന്തായിട്ട് ഒരു സ്റ്റുഡന്റ് നമ്മുടെ അപ്പൊ എന്താ ഞാൻ പറയുന്ന വെച്ചാ അപ്പോൾ ഞാൻ പോണോ സാറേ എന്നൊക്കെ ചോദിച്ചു എന്നോട് ഞാൻ പൂ പൂ പോയിട്ട് ആ പ്രൊമോഷൻ എടുക്കുന്ന പോലെ ഞാൻ അപ്പൊ എന്താ പറഞ്ഞ പ്രൊമോഷൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കില്ലേ നിങ്ങൾ പ്രൊമോഷൻ വേണ്ടി കാത്തിരിക്കണല്ലോ മനസ്സിലായോ നമുക്ക് പിന്നെ വീട്ടിലത്തെ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ട് പല കാര്യങ്ങളുണ്ടും പല വിഷമങ്ങളുണ്ട് പക്ഷേ ഇത് കിട്ടുക ഗവൺമെന്റിന്റെ പ്രൊമോഷൻ അങ്ങനെ എളുപ്പമാണോ കിട്ടില്ല അപ്പോ നിങ്ങൾ ബ്രൈറ്റ് പേഴ്സൺ ആണ് ഏബിൾ പേഴ്സൺ ആണ് വെച്ചാൽ yes definitely there are promotion chances also ഇനി ചെറിയ സബ് ഹെഡിങ്ങോട് കൂടി ഞാൻ അവസാനിപ്പിക്കാം ലിമിറ്റേഷൻ ഓഫ് ട്രെയിനിങ് ഏ ഇതാണ് ലാസ്റ്റ് ഹെഡിങ് ആണ് ചെറിയത് ലിമിറ്റേഷൻ ഓഫ് ട്രെയിനിങ് ട്രെയിനിങ്ങിന് ലിമിറ്റേഷൻ ഉണ്ട് അതെന്താ ഒന്നാണ് അതായത് ഈ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരു കോയന് അപ്പുറവും ഇപ്പുറം ഉണ്ടല്ലോ നല്ലതും ചീത്തയുണ്ടല്ലോ ഒരു അച്ഛനെ അമ്മയും അടിച്ച നല്ലത് പറയുന്നവരും ചീത്ത പറയുന്നവരും അതേമാതിരി തന്നെ ട്രെയിനിങ് ചിലർ പറയും ട്രെയിനിങ്ങിന്റെ ആവശ്യം എന്തിന് ഇത് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നു എന്തിന് കാശ് ചെലവാക്കുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട് ഒന്ന് രണ്ടാമത് ട്രെയിനിങ് ഇല്ലാതെ ജീവിക്കാൻ ജോലി ചെയ്യാൻ പറ്റാത്തവരുണ്ട് മനസ്സിലായോ രണ്ട് രണ്ടാമത്തെ സൈഡ് ഇതാ കേട്ടോളൂ training is a costly affair ഇത് ഒരു സൈഡ് പിന്നെ കാരണം എക്സ്പെൻസീവ് പ്രൊസീജിയർ ആണ് കാരണം എന്താ വെച്ചാൽ ഈ ട്രെയിനിങ് കൊടുക്കുന്ന ഭക്ഷണം വേണം റിസോഴ്സ് പേഴ്സൺ വേണം ട്രെയിനിങ് എയ്ഡ്സ് വേണം അതിന്റെ പുറമെ നമ്മൾ പല പല പല പല കാര്യങ്ങളും നോക്കണം നമ്മൾ ഓക്കെ സ്റ്റഡി മെറ്റീരിയൽസ് വേണം ഉണ്ടാക്കണം നമ്മൾ പിന്നെ ടെസ്റ്റ് കൊടുക്കണം അത് കൊടുക്കണം ഇത് കൊടുക്കണം അങ്ങനെ പല പിന്നെ അതല്ലല്ലോ ട്രെയിനിങ് പറഞ്ഞാൽ ഒരാളല്ലോ കൊടുക്കുന്നത് പല അനവധി ഫേക്കൽറ്റി നമ്മൾ ഇൻവോൾവ് ചെയ്യേണ്ടി വരില്ലേ ഓക്കെ അപ്പൊ ഇവർക്ക് ഓണറേറിയും കൊടുക്കണം ഓക്കെ നെക്സ്റ്റ് സി ഒരു ട്രെയിനിങ് ഓഫീസർമാർ അയാൾക്ക് എല്ലാ ക്ലാസ് എടുക്കാൻ പറ്റില്ലല്ലോ ഹലോ നിങ്ങളിപ്പോ ഒരു ഒരു ഓഫീസറാണ് കയറിക്കുക എല്ലാവരും നിങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുമോ ഇല്ലല്ലോ ടോപ്പിക് ഡിഫറെന്റ് ആയിരിക്കുമല്ലോ ഓരോരോ ടോപ്പിക് ഡിഫറെന്റ് ഡിഫറെന്റ് ഡിഫറെന്റ് ഓരോരുത്തർ കൊടുക്കണം മാർക്കറ്റിംഗ് ട്രാക്ക് ചെയ്ത് അത് മാർക്കറ്റിലത്തെ ആളല്ലേ കൊടുക്കുക പർച്ചേസിങ് ഇത് അത് ഔട്ട്ലോ ഫണ്ട്സ് ആണ് അക്കൗണ്ടിങ് പ്രൊസീജിയർ അതാരാ കൊടുക്കുക അപ്പൊ അക്കൗണ്ട്സിലത്തെ ആൾ വേണ്ടേ H R policy safety rules and recruitment rule ആരാ കൊടുക്കുക എച്ച് ആർ മാനേജർ അപ്പൊ എല്ലാം കൂടി ഒരാൾ കൊടുക്കാൻ പറ്റില്ല അപ്പൊ റിസോഴ്സ് പേഴ്സൺ മണച്ചാൽ നിങ്ങൾ ഏറിയും കൊടുക്കണം എക്സ്പെൻസസ് ഉണ്ട് ഓക്കെ പിന്നെ training may resist dislocation of work ചില സമയത്ത് വർക്ക് അഫക്ട് ചെയ്യും കാരണം ആളുകളെ ഷോ ഫ്ലോറിൽ നിന്ന് വരും അപ്പോൾ വർക്ക് അഫക്ട് ചെയ്യും അപ്പൊ ലോസ് ഓഫ് പ്രൊഡക്ടിവിറ്റി ചിലപ്പോൾ ഔട്ട്പുട്ട് ഇതുണ്ടോ കാരണം ആളെ ട്രെയിനിങ് ആണ് വേണ്ടി ആളുകളെ എടുക്കണം ഷോ ഫ്ലോറിൽ നിന്ന് അപ്പൊ ആ ദിവസം പ്രൊഡക്ഷൻ ഉണ്ടാവില്ല അവിടെ അപ്പൊ ഇത് ഇവരെ സെറ്റ് ബാക്ക് ലിമിറ്റേഷൻ മാത്രമേ ഉള്ളൂ ഇതൊക്കെ ചെറിയ സ്മോൾ സെറ്റ് ബാക്ക് പിന്നെ ഡിലാഗിലി ടു ബി ഇന്റർ അത് ഇന്ററപ്റ്റ് ചെയ്യും ഓക്കെ പിന്നെ ബിക്കോസ് പിന്നെ വേറെ കാര്യം ഇലക്ട്രിക്കലോ മെക്കാനിക്കലത്തെ ഒക്കെ ആളുകളാണോ ഇരിക്കുക അവർ ഇപ്പോഴത്തെ ഇലക്ട്രീഷ്യനെ കൊണ്ട് കൊണ്ടെന്ന് വെച്ചാൽ അവിടെ ഇലക്ട്രിക്കൽ വർക്ക് ആരാ ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ചില ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് പറയാം അടുത്തത് sometime it difficult to obtain good training പിന്നെ ട്രെയിനിങ് അങ്ങോട്ട് നിശ്ചയിച്ചാൽ മതിയോ ട്രെയിനിങ് ഇൻസ്ട്രക്ടേഴ്സ് വേണ്ടേ ട്രെയിനിങ് വേണ്ടത്ര ആളുകൾ അയ്യോ ഞാൻ ചെയ്തോളാ പറയും പക്ഷെ അവിടെ പോയിട്ട് ഇൻസ്ട്രക്ടർ എഫക്റ്റീവ് ട്രെയിനിങ് കൊടുക്കണ്ടേ അവര് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ അപ്പൊ shortage of instructors are also ഇത് അപ്പൊ ട്രെയിനിങ് ചിലപ്പോൾ അഡ്വൈസിലി എഫക്ട് ചെയ്യുന്നു സംസ് ഇറ്റ് ഈസ് പിന്നെ ചിലടത്ത് good training instructors and leaders professional ആയിട്ടുള്ള ആളുകളെ കിട്ടാനും ചിലടത്ത് ബുദ്ധിമുട്ടുണ്ട് ദി ലാസ്റ്റ് വൺ ഈസ് അതായത് ലിമിറ്റേഷൻ ഓഫ് ട്രെയിനിങ് ആണ് പറയുന്നത് self reliance and capacity of new idea might be stifled അതായത് ചില സമയത്ത് ട്രെയിനിങ്ങിലൂടെ സെൽഫ് റിലയൻസും അവനവന് കോൺഫിഡൻസ് ഒക്കെ ഉണ്ടല്ലോ അതും അതിന്റെ കപ്പാസിറ്റിയും പുതിയ ഐഡിയ ജനറേഷനും ഒക്കെ ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ച മാതിരി ഉണ്ടായില്ല എന്നൊക്കെ വരും നമ്മളെ ട്രെയിനിങ് കൊടുക്കുന്നത് ചിലപ്പോൾ മൂന്ന് ദിവസം നാല് ദിവസമായിരിക്കും അതുകൊണ്ട് വലിയ പ്രതീക്ഷകളൊന്നും നമ്മൾ വെക്കരുത് അതേമാതിരി അവർ വളരെ സെൽഫ് കോൺഫിഡന്റ് റിലയൻസ് റിലയൻ്റ് ആയിരിക്കും എന്നോ പുതിയ പുതിയ ഐഡിയ ജനറേറ്റ് ചെയ്യാൻ ഇന്നോവേറ്റീവ് മെത്തേഡ്സ് എന്തെങ്കിലും പറ്റുമെന്നും നമുക്കരുതരുത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാത്രമേ മനുഷ്യനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ അപ്പൊ ഇത് ഒരു ഇനീഷ്യൽ സ്റ്റെപ്പായിട്ട് മാത്രം ട്രീറ്റ് ചെയ്യണം സാവധാനം അവർ പക്ഷേ ഇത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്ത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് വളരെ എസെൻഷ്യൽ അപ്പൊ ഞാൻ ട്രെയിനിങ്ങിനെ പറ്റി പറഞ്ഞു എഡ്യൂക്കേഷനെ പറ്റി പറഞ്ഞു ഡെവലപ്മെന്റിനെ പറ്റിയിട്ട് ഇന്ന് ഞാൻ പറഞ്ഞു thank you sir okay thank you bye okay ശരി ഓക്കെ